So phylum Cnidaria, uh, I think I have mentioned few general characters of phylum Cnidaria. Cnidaria, uh, Cnidarians were once considered as cylindrata. So if you look in some books, uh, animal ഡൈവേഴ്സിറ്റിക്ക് നിങ്ങൾക്ക് books ബുക്സ് കൂടാതെ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാരണം പല ബുക്ക് വായിക്കുമ്പോഴും പലതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനും പിക്ചേഴ്സിനും ഏകാംബരനാഥ അയ്യർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കോഡേറ്റ ആൻഡ് നോൺ കോഡേറ്റ ആ ബുക്കാണ് പലപ്പോഴും നമ്മൾ റെഫർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ബുക്സിൽ സ്റ്റാൻഡേർഡ് പഴയ സ്റ്റാൻഡേർഡ് ബുക്സിൽ നോക്കിക്കഴിഞ്ഞാൽ you will find that these cnidarians they are known as coelenterata ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് cnidarians are considered as a separate phylum along with Tenophora. So in this classification of Cnidaria, Cnidaria, it is uh, actually evolving, life is evolving from Porifera. Porifera kainyattu varinna oru group of organisms aanu nammal Cnidarians ilu include edirikunna. Appam oru cellular level of organization, a cellular level of organization nu ഒരു alimentary canal which is gastro vascular system അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ വരുന്നതാണ് നമ്മളുടെ സ്നിഡേറിയൻസ് സ്നിഡേറിയൻസിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് sea anemone sea anemone is the best example that you can study for Cnidaria പിന്നെ വരുന്നത് ഹൈഡ്ര ഉണ്ട് ഹൈഡ്ര നമ്മളുടെ ജെല്ലി ഫിഷ് ഇതെല്ലാം വരുന്നത് സ്നിഡേറിയയിലാണ് And uh, this cnidarians, this cnidarians show both polyp stage and medusa നമ്മൾ ഒരു ലാർവൽ സ്റ്റേജ് എന്ന് പറയും ആ ലാർവൽ സ്റ്റേജ് അല്ല രണ്ട് ടൈപ്പ് ഓർഗാനിസം ആണ് വരുന്നത് ഒന്ന് that's having a sedentary life sedentary life എന്ന് പറഞ്ഞാൽ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല it is attached it is attached to some surface ഏതെങ്കിലും ഒരു സർഫസിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ലൈഫ് ഫോം അതാണ് പോളിപ്പ് ഇനി ഈ പോളിപ്പിൽ നിന്ന് വരുന്ന നെക്സ്റ്റ് ഫോം അതാണ് medusa which is a free swimming form and this free swimming form and this sedentary form ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ജനറേഷൻ സെഡൻഡറി ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വരുന്നത് ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടായിരിക്കും കാണുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്ന് പറയുന്നത് alternation of generations and uh, this polyp and medusa, if you see both polyp and medusa, you'll find that both of them look, they look entirely different. For one, the mouth is at the anterior end and for the other one, it is at the downside. Okay, however it looks, it has the same composition of cells. അതിൻ്റെ pattern. ഇതെല്ലാം സെയിം ആയിട്ടാണ് കാണുന്നത് ഈ പാറ്റേൺ എല്ലാം സെയിം ആയിട്ടാണ് നമ്മൾ കാണുന്നത് so polyp and medusa they both have the same body pattern that pattern that organization of diploblastic germ layer രണ്ട് ജേം ലെയർ ആണ് വരുന്നത് so you call it as diploblastic germ layer so both have same diploblastic germ layer, the gastrovascular cavity, all these are similar. The only thing is one is sedentary, and the other one is free swimming form. And this free swimming form, the free swimming form, it lays, uh, it gives rise to gametes and these gametes fuse together to form the polyp stage. And the uh, mesoglia, in between the two diploblastic layer, you find a mesoglia, which is uh, well seen within the jellyfishes. And the gastrovascular cavity that serves as the alimentary canal and it has only one opening and the opening is mouth. The body wall of uh, these cnidarians, uh, uh, the best example that you can study in for cnidaria is hydra. Uh, and these have uh, epithelial muscular cells, interstitial cells are there. Then you have the cnidocytes, mucus gland cells are there sensory and nerve cells are there and you have the gastrodermis. So these are the different types of cells that are present on the body wall which have different functions. Epithelial muscular cell that gives it its structure. A structure kodukkunna cell that's a epithelial muscular cells. And then you have in between the interstitial cells that attach these epithelial muscular cells to other parts of the body. You have the cnidocytes, the cnidocytes or the nematocyst, which is the defensive mechanism of cnidarians. Uh, and a slimy secretion, ജെല്ലിഫിഷിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ജെല്ലിഫിഷിനെ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഒരു മ്യൂക്കസ് ലെയർ ഒരു സ്ലൈമി ലെയർ ആണ് അതിന്റെ ടോപ്പിൽ കാണുന്നത് ഒരു മ്യൂക്കസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അപ്പോൾ that is provided by the mucous gland cells that are located in the body wall they start secreting these mucus and this mucus gives it a moistened surface ഒരു ഗേഷ്യസ് എക്സ്ചേഞ്ചിന് റെസ്പിറേഷന് വേണ്ടി ഈസി ആക്കാൻ വേണ്ടി അതിന്റെ സർഫസിൽ ഒരു മ്യൂക്കസ് ലെയർ ഉണ്ട് then you have few sensory and nerve endings in the body wall that's concerned with response touch chemo receptors ആയിട്ട് ആക്ട് ചെയ്യും അങ്ങനെ ബാരോമീറ്റേഴ്സ് ആയിട്ട് അത് ആക്ട് ചെയ്യും അതിന്റെ pressure variations lateral line sense organs പോലെ ആക്ട് ചെയ്യുന്ന കുറെ സെൻസറി നെർവ് എൻഡിങ്സ് കാണാം and then you have the gastrodermis cells that are present ഓരോന്നിന്റെയും ഫങ്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം എപ്പിത്തീലിയോ സെൽ ഞാൻ പറഞ്ഞു those are the myofibrils muscles മസിൽസിനെയാണ് മസിൽസ് ദറ്റ് ഗിവ് ദറ്റ് ഇതിന് എക്സോസ്കെലിറ്റൺ ആണ് എൻഡോസ്കെലിറ്റൺ എന്ന് പറയാൻ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല അപ്പൊ ഔട്ടർ സർഫസിൽ നിന്ന് വരുന്നതാണ് that gives it its shape and this is maintained by the epithelio muscular cells that are present on the outer side and this uh, result, the contraction and relaxation of these muscular cells results in the shortening and lengthening of the animals. And interstitial cells, I told you, they are found uh, at the base of these epithelial muscular cells and uh, these cells, uh, from these cells, from dividing cells, these are fast dividing cells and other cells arise from these cells plus by these cells, internal organs are attached to the uh, outer epithelial cells. Then you have the cnidocytes. I told you about the cnidoblast or the nematocyst that is present. Uh, these are um, cnidocytes. They are hair-like uh, cnidocils, which acts as a trigger once uh, so, uh, when it has to uh, respond to some predator or something, what it does is uh, this nematocyst, they actually contain a fluid of high osmotic pressure. And once the receptors, the snidosyl uh, end receptors uh, uh, are in contact with some foreign material, this triggers this nematocyst to eject out this fluid. Then you have the mucous gland cells, secretes mucus, sensory and nerve cells. And gastroderm, is, it consists of nutritive as well as the muscular cells. Nutritive cells that engulf. Because here, uh, I told you the GVC functions as a digestive system, but it is mostly outside. And the GVC, in addition to the GVC, also there are some nutritive zooids. You call them different types of cells, you call them as zooids. And these nutritive voids, uh, they are concerned with uh, engulfing the food particles and digestive system and to digest them. And you have the gland cell secreting enzymes into the gastrovascular system plus mucus secreting cells. Those are all the modifications of gastrodermis cells. You can see in the picture these gastrodermis cells, these gastrodermis cells line and are seen uh, beneath the mesoglial layer. They form the endodermal layer. The gastrodermal cells form the endodermal cells and they are part of the GVC. And outside you can see the epithelial muscular cells and then you have the interstitial cells the sensory cells are also present, plus you have the nematocyst, the snidoblast, the snidocell, which is its hair, and classification of phylum Cnidaria. It is classified into four groups, hydrozoa, scyphozoa, cubozoa, and anthozoa. Hydrozoa, obviously, Hydra comes under Hydrozoa. Then Scyphozoa is there, Cubozoa. They have mostly cuboid cells. Anthozoa, Anthozoa, it looks like flower, the sea anemone. The sea anemone, if you have seen the picture of a sea anemone, the sea anemone looks like a uh, flower. Its anterior end looks like a flower. The tentacles surrounding the mouth, it looks like a flower. So those organisms that look like a flower, they come under anthozoa. Coming to hydrozoa, they may be solitary or colonial form, may be individual or by the process of budding. By the process of budding, numerous uh, other organisms are attached to this single organism and they become a colony. And Hydra is a best example for colonial form uh, they have both asexual polyps and sexual medusa. The feeding voids, the hydrants do not have mesenteries or coeloms. Medusa, medusa when present, the umbrella-like uh, covering of the medusa is what is known as velum. Hydra, Hydra is the best example that comes under hydrozoa. Uh, this is Physalia. This is Physalia, which is a free floating form. Uh, this is a Hydra. And in Hydra, you can see it is branched. It is branched into numerous voids. Here also you can see different types of hanging things. All these are voids and these voids perform different functions. In Hydra, you can see it's a common freshwater form and it is uh, solitary and without a medusoid form. Obelia is a colonial form of Hydra and there are different types of, uh, I told you the cells. Here what happens is numerous uh, or different types of cells are there and these cells uh, actually they perform different functions. നമ്മൾ പറയുന്ന ആ ഒരു ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അതൊന്നും ആയിട്ടില്ല Cnidaria വരുമ്പോഴത്തേക്കും ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ ആണ് കുറെ സെൽസ് എന്ത് ചെയ്യും അത് ഗൊണാഡ്സ് ആയിട്ട് മാറും അപ്പൊ നമ്മൾ അതിനെ ഗോണോസോയിഡ്സ് എന്ന് പറയും കുറെ ന്യൂട്രിറ്റീവ് ന്യൂട്രിറ്റീവ് സോയിഡ്സ് ആവും ന്യൂട്രിറ്റീവ് സോയിഡ്സ് ആകുമ്പോഴത്തേക്കും they are concerned with nutrition they are concerned with nutrition so you call them as nutritive zooids അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് കുറെ ഡാക്ടൈലോ സുവോയിഡ്സ് ഉണ്ട് അപ്പൊ different types of zooids are present ഓരോന്നിന്റെയും ഫംഗ്ഷൻ ആ ഫംഗ്ഷൻസ് കുറെ സെൽസ് ഒരു ഫംഗ്ഷൻ ചെയ്യും വേറെ കുറെ സെൽസ് ഓരോ ഫംഗ്ഷൻ ചെയ്യും ഗ്യാസ്ട്രോസുവോയിഡ്സ് ഫീഡിങ് കൺസേൺ അപ്പോൾ അതായത് കോളനി ആയിട്ട് അതൊന്ന് ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു കോർഡിനേഷൻ ആണ് അവിടെ അതിനൊരു ഓർഗാനിസം ആക്കി മാറ്റുന്നത് the same the same function is seen in most of the cnidarians ഏത് സ്നിഡേറിയൻ എടുത്തു കഴിഞ്ഞാലും it's a same thing that happens in hydra the only peculiarity is there that it is without a medusoid form it is just a colonial colonial form which is a polyp അതൊരു polyp ആണ് and it divides by uh, asexual methods അതിൽ വരുന്നത് ഫീഡിംഗ് polyps with tentacles the gastrozooids the reproductive zooids which is known as gonozooids and the gonozoids bud off uh, to s- form small medusa and those are the uh, floating ones അത് നമ്മൾ കാണുന്നത് ഒബീലിയയിലാണ് അങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ഫോംസ് കാണുന്നത് ആൻഡ് ദീസ് മെഡ്യൂസ് അമെഡ്യൂസ് ആയിട്ട് മാറുന്നത് ഞാൻ പറഞ്ഞു ടെസ്റ്റിസും ഓവറീസും ഉണ്ടാകും കാരണം പോളിപ്പ് പോളിപ്പ് ഒരു സെക്ഷൽ ഫോം ആണെങ്കിൽ കൂടെ they produce the gametes these gamete fuse and they form of free swimming medusa form അതാണ് ഒരു ഫ്രീ സ്വിമ്മിങ് മെഡ്യൂസ ആയിട്ട് മാറുന്നത് and so different types of zooids ആണ് വരുന്നത് അതിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു ഫൈസാലിയ എന്ന് പറഞ്ഞു Physalia this is Physalia Portuguese man of war എന്നാണ് ഫൈസാലിയയിൽ പറയുന്നത് അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സുവോയിഡ്സ് കാണാൻ പറ്റും അതിൻ്റെ പീക്കാണ് എല്ലാ സുവോയിഡ്സും സെയിം ഓർഗാനിസമിൽ കാണാൻ പറ്റും അവിടെ വരുമ്പോൾ dactylo zooids are present dactylozoids, which are club-shaped polyps with gastrozoid functions, gonozoids and അങ്ങനെ different different function performing zooids are present പിന്നെ വരുന്നതാണ് class Scyphozoa Aurelia is the best example and Scyphozoa here the polyp stage Scyphozoa നമ്മൾ ബേസിക് സ്നിഡേറിയന്റെ പാറ്റേൺ പറയുമ്പോൾ പറയുന്നുണ്ട് പോളിപ്പും മെഡ്യൂസ ഉണ്ടെന്ന് പറയുന്നുണ്ട് പോളിപ്പും മെഡ്യൂസ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ജനറൽ ക്യാരക്ടർ ആണ് ക്ലാസ് വരുമ്പോഴത്തേക്കും ആ ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യും ഞാൻ ഇത് ഹൈഡ്രോസോവ് പറഞ്ഞപ്പം ഹൈഡ്രയുടെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ലാക്സ് എ മെഡ്യൂസ അത് തന്നെയാണ് സ്കൈഫോസോവ് വരുമ്പോൾ ഞാൻ പറയുന്നത് it is lacking it is lacking the polyp stage only medusa is present and this best example for this is Aurelia Aurelia ആണ് ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സ്കൈഫോസോവയിൽ പറയുന്നത് and it has few club shaped sense organs which are known as ropalia which carry the neuronal uh, concentrations of statocyst and ocelli ocelli that is concerned with vision വിഷന്റെ ആണ് ഓസലൈ എന്ന് പറയുന്നത് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ബാലൻസിനുള്ള ഓർഗൻസ് വരുമ്പോഴാണ് നമ്മൾ അതിന് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത് and the, it has a larval stage and the larval stage of Scyphosova is known as the larval stage of Scyphosova is known as planula nana larval stage parayunnathu and here the mesoglial stage the mesoglial stage is also large jellyfishes ana best example ആയിട്ട് nammal aurelia aurelia it's a type of jelly fish അതുകൊണ്ടാണ് ഇതൊരു ഫ്രീ ലിവിങ് ഫോമാണ് ഫ്രീ ലിവിങ് ഫോമാണ് ആയിട്ട് പറയുന്നത് then you have the Cubozoa Cubozoa വരുമ്പോഴത്തേക്കും മെഡ്യൂസോയിഡ് ഫോമാണ് ക്യൂബസോവയിൽ വരുമ്പോഴും which has a reduced polyp stage all these are marine and the medusa are square in shape if you take the cross section cross section എടുത്തു കഴിഞ്ഞാൽ അത് സ്ക്വയർ ഷേപ്ഡ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് അതിന് ക്യൂബോസോവ എന്ന് പറയുന്നത് and it has tentacles it has tentacles ഇതിന്റെ മൗത്തിനെ നമ്മൾ പറയുന്നത് മാനീബ്രിയം എന്നാണ് uh, ഈ uh, ഇവിടെ നിന്നാണ് ആന്റീരിയർ uh, ആക്ച്വലി അതിന്റെ മൗത്ത് വരുന്നത് ഈ ഒരു പോർഷനിലാണ് ഇവിടെ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത് ആൻഡ് ദിസ് മൗത്ത് ആ മൗത്തിലോട്ട് ഫിൽറ്റർ ഫീഡിങ് വഴി ഫുഡ് ഫുഡ് മൗത്ത് റീജിയനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ it has few tentacles over this region ഈ റീജിയനിൽ കുറെ ടെൻഡക്കിൾസ് ഒരു പാത്വേ പോലെ ഫോം ചെയ്യും and then you have class anthozoa and all are polyps or attached form the are solitary or colonial forms രണ്ടും കാണാറുണ്ട് സോളിട്രി ഫോംസ് ഉണ്ട് colonial forms present ആണ് and one of the peculiarity of these uh, sea anemones are that they are completely marine forms completely marine forms ആണ് ആന്തോസോവൻ പോളിപ്സിൽ വരുന്നത് ആൻഡ് ദീസ് ആന്തോപോൾ anthozoans the polyps and they are what makes the coral reefs ആ കോറൽ റീഫ്സിൽ വരെ കാണുന്ന പോളിപ്സ് ആ coral reef building polyps are mostly included under this anthozoans ഇത് കാണുന്നതും ആന്തോസോവൻസ് കാണുന്നതും കൂടുതലായിട്ട് കോറൽ റീവ്സിലാണ് they require they are very sensitive to water അത് പ്യുവർ വാട്ടറിൽ temperature they require temperature somewhere around twenty degree centigrade ആ ഒരു ടെമ്പറേച്ചർ ആണ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അപ്പൊ എല്ലാം സെൻസിറ്റീവ് ആണ് ആ ടെമ്പറേച്ചർ ഒരു ഇത്തിരി ത്രീയോ ഫോറോ ട്വൻറ്റി ത്രീയോ ട്വൻറ്റി ഫോറോ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും തന്നെ ദീസ് പോളിപ്സ് ഡൈ അപ്പോൾ അത്രയും സെൻസിറ്റീവ് ആണ് water should be that pure only under such conditions you can find these anthozoans and the mouth leads into a flatten stomodaeum you have a tentacles surrounding the mouth and the mouth cephalization എന്ന് പറയുന്ന പ്രോസസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല you can say head region ഹെഡിന്റെ അവിടെ ഒരു മൗത്ത് ഒന്നും ഇല്ല ഒരു ഫ്ലാറ്റ് സർഫസ് ടോപ്പിൽ വരുന്ന ഒരു ഫ്ലാറ്റ് സർഫസ് അവിടെ കുറെ ടെൻഡക്കൽസ് ഉണ്ട് അതിന്റെ സെന്ററിലായിട്ട് you find the mouth and this mouth makes the anthozoans biradial symmetry ആണ് biradially symmetry they are biradially symmetry because of the presence of this mouth ആ മൗത്ത് ഉള്ളത് കൊണ്ട് അതിനെ മൗത്ത് കട്ട് ചെയ്യുന്ന പോലെ വേണം അതിനെ കട്ട് ചെയ്താലാണ് അതിനെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് so these are sea anemones the have a mouth the mouth leads to the gastrovascular cavity ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് and I told you they form the coral reefs coral റീഫിൽ കാണുന്ന polyps they belong to this class anthozoa and they deposit ഈ പോളിപ്സ് എന്താ ചെയ്യുന്ന വെച്ചാൽ they deposit this calcium carbonate അത് കാൽസ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അപ്പോൾ ആ once these calcium carbonates are deposited it becomes coral reef നമുക്ക് കിട്ടുന്ന കോറൽ റീഫ് അത് ഡെഡ് വൺസ് ആണ് നമ്മൾക്ക് കിട്ടുന്നത് ലൈവ് കണ്ടീഷനിൽ ഇതിൻ്റെ ആന്തസോവയുടെ കളർ ആ പോളിപ്പിന്റെ എന്താ കളറ് ആ കളറിലാണ് ആ കോറൽ റീഫ് ഇത് ഫുൾ പോളിപ്പ് ഫുൾ സറൗണ്ട് ചെയ്ത് കാണും എന്നിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇന്നർ റീജിയനിലോട്ടാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സോ ആ കോറൽ റീഫ് എടുത്തു കഴിഞ്ഞാൽ കോറൽ റീഫിൽ ഒരു തിൻ ലെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ ആന്തോസോവൻ പോളിപ്സ് ആയിരിക്കും അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഫുൾ വരുന്നത് calcium carbonate coral reef calcium carbonate deposit ചെയ്ത് കോറൽ റീഫായിട്ട് മാറുന്നതാണ് and other thing I told you the speciality of cnidaria is that polymorphism is well seen within the cnidarian group. അതിൽ തന്നെ different different functions different morphological forms ആണ് വരുന്നത് like polyp and medusa jelly fish പോലെയാണ് മെഡ്യൂസ ഇരിക്കുന്നത് വേറസ് പോളിപ്പ് പോളിപ്പ് ഹൈഡ്ര പോലെയാണ് പോളിപ്പ് കാണുന്നത് and obelia obelia is the best example that you can study for uh, that exhibit both this uh, polyp as well as this medulla form. ഇതാണ് ഒരു ഹൈഡ്രോസോവൻ വരുന്നത് ഇതാണ് അത് ഒരു ട്രീ പോലെ തന്നെ ആയിരിക്കും അത് അതിന്റെ സെഡൻഡറി ലൈഫിലാണ് അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഒരെണ്ണം ഗോണോസോയിഡ് ആണെങ്കിൽ ഒരെണ്ണം ഗാസ്ട്രോസോയിഡ് ആയിരിക്കും അപ്പോൾ ഈ ഗോണോസോയിഡ്സ് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഗോണോസോയിഡ്സ് uh, they are concerned only with reproduction gastrozoids they are concerned with uh, nutritive value അപ്പോൾ അങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേക്കും they what gastrozooids do is they capture food എന്നിട്ട് ആ food that is pass to through mesoglea pass to different parts of hydra ഇനി ഗോണോസോയിഡ്സ് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇത് മെച്യൂർ ആകുന്ന ടൈമിൽ അത് ഗമീറ്റ്സ് ഫോം ചെയ്യും ടെസ്റ്റിസും ഓവറിയും വേറെ വേറെ ആയിട്ട് കാണാൻ പറ്റും അത് that is released into water and within the water the fuse together to form the medusa which is a free living form ഇനി പോളിപ്പോയിഡ് ഫോംസ് ഉണ്ട് gastrozooids gonangium medusa all these are polypoid poid forms gastrozoids. They are concerned with um, food food feeding ആണ് ഗ്യാസ്ട്രോസോയിഡ്സിന്റെ മെയിൻ റോൾ വരുന്നത് and this is the structure of a medusa medusa are cons considered as reproductive zooids and they can be either male or female forms and medusa are form by sexual reproduction അല്ലെ ഗമീറ്റ്സ് ഫോം ചെയ്ത് മെഡ്യൂസ ഫോം ചെയ്യും പക്ഷെ മെഡ്യൂസയിൽ നിന്ന് വരുന്നത് medusa form what is known as polyp. Polyp and medusa form gene. So this is uh, the life cycle. This is the life cycle uh, of a Snedarian. This is the life cycle of a Snedarian. Snedarians are the gonozoids where form GM. The young one, the young form, one forms a medusa. This medusa floats, free floats. When it becomes mature, it uh, lays egg. and this egg uh, fuses with the sperm of another medusa and they form what is known as zygote this zygote is seen attached it attaches to a surface other surface la attach either polyp that is why we say that alternation of generation is what you find within snead area So the next one is uh, platyhelminthes ആണ് സ്നിഡേറിയ വരെ നമ്മളൊരു സെല്ലുലാർ ലെവലാണ് പറയുന്നത് കാരണം സ്നിഡേറിയ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഗ്യാസ്ട്രോസ്വോയിഡ്സ് ഗോണോസ്വോയിഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന പോലത്തെ ഒരു ഫംഗ്ഷൻ ഒന്നും ഇല്ല ഇൻട്രാ സെല്ലുലാർ ആയിട്ടാണ് നമ്മൾ സ്നിഡേറിയൻസിനെയും കൺസിഡർ ചെയ്യുന്നത് പ്ലാറ്റി ഹെൽമിന്തസ് വരുമ്പോഴത്തേക്കുമാണ് evolving life is being evolve from a cellular level to a tissue level ഇവിടെ വരുമ്പോൾ പ്ലാറ്റിഹെൽമിന്തസ് വരുമ്പോഴാണ് നമ്മൾക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നത് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാലും ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് ഇൻകംപ്ലീറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ most of these platyhelminthes forms as well as ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന നിമാറ്റോഡ്സ് വന്നാലും അത് പാരസിറ്റിക് ഫോംസ് ആണ് പാരസിറ്റിക് ഫോംസ് വരുമ്പോഴത്തേക്കും ഡൈജഷന് ദേ ഡോണ്ട് റിക്വയർ ഒരു ലിവറോ പാൻക്രിയാസ് അതിന്റെ എൻസൈമാറ്റിക് സെക്രീഷൻ ഒന്നും ആവശ്യമില്ല കാരണം പാരസറ്റിക് ഫോംസ് എപ്പോഴും ഫുഡ് ഡൈജസ്റ്റഡ് ഫുഡാണ് അവർ എടുക്കുന്നത് ഡൈജസ്റ്റഡ് ഫുഡാണ് എടുക്കുന്നത് and that is easily absorbed by the cells digestion process അവിടെ വരുന്നില്ല പിന്നെ വരുന്നത് സീലോം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്ലാറ്റി ഹെൽമിന്തസ് വരുമ്പോഴത്തേക്കും ഇവോൾവ് ചെയ്ത് കാണുന്നത് they are soft body bilateral symmetry start ചെയ്യണത് ഫ്രം പ്ലാറ്റി ഹെൽമിന്തസ് ആണ് പ്ലാറ്റി ഹെൽമിന്തസ് തുടങ്ങിയ എല്ലാ ഗ്രൂപ്പിനും വരുമ്പം ബയലാട്രൽ സിമെട്രി ആണ് ബയലാട്രൽ സിമെട്രിയുടെ ഒരു ചേഞ്ച് വരുന്നത് എക്കൈനോഡോമേറ്റ് വരുമ്പോഴാണ് അവിടെ ഒരു പെൻറ്ററേഡിയൽ സിമെട്രി വരുന്നത് but still its young ones show bilateral symmetry അപ്പൊ ബയലാട്രൽ സിമെട്രി സ്റ്റാർട്ട് ചെയ്യണത് നമുക്ക് പ്ലാറ്റി ഹെൽമിന്തസിലാണെന്ന് പറയാം and the gelatinous mesoglia that we find in Cnidarian that is replaced by mesodermal parenchyma cells. And uh, so it's a bit more complex and uh, the animals range in size from few mi- millimeters to few meters as the one in tapeworm. Tapeworm ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല സൈസ് വരും പക്ഷേ സ്മോളർ സൈസ് പ്ലനേറിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫ്യൂ മില്ലിമീറ്റേഴ്സ് ആണ് ഒക്കെ കാണുന്നത് planaria is the best example that we study in platy platyhelminthes planaria common ആയതുകൊണ്ടല്ല നമ്മൾ uh, നമ്മൾക്ക് uh, കുറച്ച് പരിചയമായിട്ടുള്ളത് ഒബ്വിയസ്ലി ടേപ്പ് വേം ആണ് നമ്മൾക്ക് പരിചയമുള്ള ഗ്രൂപ്പ് വരുന്നതെങ്കിലും പ്ലനേറിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീജനറേഷൻ റീജനറേഷൻ എന്ന് പറയുന്ന സ്റ്റഡീസ് അവിടെയാണ് ലൈഫ് പഠിക്കാൻ ഏറ്റവും ഈസി വരുന്നത് റീജനറേഷൻ പ്രോസസ്സ് സ്റ്റഡി ചെയ്യുമ്പോഴാണ് കാരണം how cells differentiate how cells differentiate എന്ന് ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും and that we study in planaria planaria ഒരു എത്ര കഷ്ണമാക്കി ഇടുന്നോ അത്രയും പുതിയ പ്ലനേറിയ ഗ്രോ ചെയ്യും ഓക്കെ അതുകൊണ്ടാണ് കുറെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസിന് യൂസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് പ്ലനേറിയ അതുകൊണ്ടാണ് നമ്മൾ പ്ലനേറിയനെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പ്ലാറ്റി ഹെൽമിൻഡസിൽ പറയുന്നത് so bilateral symmetrical with anterior and posterior end triploblastic with three germ layers കാണുന്ന ആദ്യത്തെ ഫോമാണ് പിന്നെ body is dorso ventrally flattened അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ പ്ലനേറിയ ആയിട്ട് എടുക്കുമ്പോൾ തന്നെ ഒരു ഡോസൽ സൈഡ് ഉണ്ട് ഒരു വെൻട്രൽ സൈഡ് ഉണ്ട് ഇതാണ് പ്ലനേറിയ അപ്പൊ ഇതിനൊരു ടോസൽ സൈഡ് ഉണ്ട് ഒരു വെൻട്രൽ സൈഡ് കാണാം എ സീലോമേറ്റ് ആണ് no internal body cavity coelom ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് സ്പോഞ്ചോസീൽ ഉണ്ട് ഗാസ്ട്രോവാസ്കുലർ കാവിറ്റി ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ സീലോം എന്നുള്ള മെൻഷൻ ചെയ്യുന്നില്ല കാരണം though it's not a coelom something like a cavity is present ഇവിടെ വരുമ്പോഴത്തേക്കും no internal body cavity hence you say that it is acoelomate acoelomate ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് and the space between the organs is filled by mesenchyme. It is filled by mesenchyme, and digestive system is absent. Uh, and when it is present, only mouth is present. ആ ഒരു ടൈമിലാണ് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതിനുണ്ടെന്ന് പറയാൻ പറ്റുന്നത് നെർവസ് സിസ്റ്റം നെർവസ് സിസ്റ്റം വരുമ്പോഴത്തേക്കും ഏറ്റവും സ്നിഡേറിയൻസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ നെർവ് സിസ്റ്റം ഒന്നും പറയുന്നില്ല നെർവ് എൻഡിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത് കാരണം അതിൽ കുറച്ച് ഗാംഗ്ലിയൺ ആയിട്ടാണ് കാണുന്നത് നെർവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതും പ്ലാറ്റി ഹെൽമിന്തസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് and the you have simple ladder like ganglia ഉണ്ട് ഗാംഗ്ലിയ കണക്ട് ചെയ്ത് കുറച്ച് നെർവ്സ് ഉണ്ട് അത്രയുമാണ് ഒരു ലാഡർ പോലെ ഇരിക്കുന്ന അത്രയും ഉള്ളു നെർവ് സിസ്റ്റം ബ്രെയിൻ എന്നൊന്നും പറയാൻ ആയിട്ടില്ല and excretory system is protonephridia protonephridia is the excretory system അത് മോഡിഫൈ ചെയ്ത് കിഡ്നി ആവുന്നത് ഹയർ ഓർഗാനിസംസിലോട്ട് വരുമ്പോഴാണ് നെഫ്രീഡിയാണ് നമ്മൾ ഒരിത്രയും കൂടെ ഹയർ ലൈക്ക് അനലിയുടെ ആർത്രോപോഡയിലൊക്കെ പോകുമ്പോഴത്തേക്കും അനലിഡയിലൊക്കെ പോകുമ്പോൾ നെഫ്രീഡിയാണ് കാണുന്നതെങ്കിൽ ആർത്രോപോഡയിലല്ല അനലിഡി അനലിഡയില് നെഫ്രീഡിയാണ് കാണുന്നതെങ്കിൽ ഇവിടെ വരുമ്പം protonephridia that's the excretory system characters എഴുതുമ്പം എനിക്ക് തോന്നുന്നു ബയലാട്രൽ സിമെട്രി എഴുതിയ പ്ലാറ്റി ഹെൽമെന്തേഴ്സിന് എഴുതിയ ലോക്കിയാണ് ബയലാട്രൽ സിമെട്രി ട്രിപ്ലോബ്ലാസ്റ്റിക് പിന്നെ അത് പക്ഷേ ഇത് രണ്ടെണ്ണം ബയലാട്രൽ സിമെട്രിയും ട്രിപ്ലോബ്ലാസ്റ്റിക്കും പ്ലാറ്റി ഹെൽമിന്തസ് തുടങ്ങിയ എല്ലാ ഓർഗാനിസവും അതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് പോയിന്റ് നിങ്ങൾ ജനറൽ ക്യാരക്ടേഴ്സ് ചോദിക്കുമ്പം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതെല്ലാത്തിനും വരുന്ന ഒരു ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇതിൽ വരുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എ സീലോമേറ്റ് എഴുതും പിന്നെ എഴുതാൻ പറ്റുന്നത് first phylum where you see the bilateral symmetry first phylum where you see the triploblastic nature എന്ന് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ nerve system excretory system general characters എഴുതുമ്പം ഒരു ഓർഗാനിസത്തിന് എന്തൊക്കെ സിസ്റ്റം ഉണ്ട് അത് ഏതാണെന്നാണ് എഴുതേണ്ടത് ഇപ്പൊ റെസ്പിറേഷൻ ഉണ്ടോ സർക്കുലേഷൻ ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ നെർവ് സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെയുള്ള സിസ്റ്റംസ് എങ്ങനത്തെ ടൈപ്പ് ആണെന്നാണ് പഠിക്കേണ്ടത് അതാണ് ബേസിക് ക്യാരക്ടർ നമ്മൾ ജനറൽ ക്യാരക്ടേഴ്സിൽ പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് എന്തുണ്ട് അതാണ് സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ എക്സ്ക്രീറ്ററി സിസ്റ്റം പറയുമ്പോഴത്തേക്കും that is protonephridia and excretory system ഇതിൽ വരുമ്പം റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയാൻ ഒരു സിസ്റ്റം ഇല്ല ഇറ്റ്സ് ഡയറക്റ്റ് ഡിഫ്യൂഷൻ സ്കിന്നും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഒരു മോയിസ്റ്റൻ സർഫസ് ആണ് സോ ഡയറക്റ്റ് ഡിഫ്യൂഷൻ ആണ് നടക്കുന്നത് is no circulatory system or skeletal system exoskeleton ആയി എൻഡോസ്കെലിറ്റൻ ആയിട്ട് ഒന്നും ഇല്ല then you have the hermaphrodites hermaphrodites then you have അല്ല it's hermaphroditic in nature hermaphrodite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലനേറിയ അല്ലെങ്കിൽ ഒരു പ്ലാറ്റി ഹെൽമിൻഡസ് ഇപ്പൊ അത് ആദ്യം മെയിലായിരിക്കും ആയിരിക്കും കുറച്ച് കഴിയുമ്പം അപ്പൊ അത് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഫോം ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡീജനറേറ്റ് ചെയ്യും and then it has female reproductive organs starts to develop അപ്പൊ പിന്നെ അത് അതിന്റെ ലൈഫ് സൈക്കിളിൽ ഫീമെയിൽ ആയിട്ട് മാറും അങ്ങനെ വരുന്ന ഓർഗാനിസത്തിന് you call them as hermaphrodites you call them as hermaphrodites those that show both male and female characters അത് പക്ഷെ ചില ഗ്രൂപ്പിൽ സൈമൾട്ടേനിയസ് ആയിട്ട് മെയിലും ഫീമെയിലും കാണിക്കാറുണ്ട് ബട്ട് മോസ്റ്റ്ലി എല്ലാ ഓർഗാനിസവും എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈഫിൽ ഒരു ടൈം മെയിൽ ഒരു ടൈം ഫീമെയിൽ ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ദറ്റ് ഡിപ്പെൻസ് ചില കേസിൽ വരുമ്പോഴത്തേക്കും രണ്ട് ഓർഗാനിസം വന്നു കഴിഞ്ഞിട്ടാണ് അവർ ഡിറ്റർമിൻ ചെയ്യണം ഏത് മെയിൽ ആവണം ഏത് ഫീമെയിൽ ആവണം എന്ന് ex eggs show spiral cleavage and which may be highly modified type of spiral cleavage ആണ് അതിൽ കാണിക്കുന്നത് and development is usually direct ഡയറക്റ്റും ഇൻഡയറക്റ്റും പറയുന്നുണ്ട് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ലാർവൽ സ്റ്റേജ് ഇല്ലാത്തതിനൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് പറയുന്നത് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ it possess a larval stage അപ്പോൾ ഇവിടെ വരുമ്പം it is usually a free living form with direct development പക്ഷേ few of them have free swimming larva which is Muller's larva or Goette's larva Muller's larva or Goette's larva നമ്മൾ സാലിയൻ ഫീച്ചേഴ്സ് എഴുതുമ്പം അതിൽ വരുന്ന ഒരു സ്പെഷ്യൽ ഒരു ക്യാരക്ടറായിട്ട് പറയേണ്ടതാണ് വെദർ ഡെവലപ്മെന്റ് ഇസ് ഡയറക്റ്റ് ആ ഇൻഡയറക്റ്റ് പ്ലസ് ലാർവൽ സ്റ്റേജ് ഉണ്ടെങ്കിൽ ആ ലാർവൽ സ്റ്റേജിന്റെ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകണം and and uh, coming to coming to as a group group platyhelminthes as a group uh, it has evolved very much it has evolved very much rather than the snidarians ഇവിടെ വരുമ്പോഴത്തേക്കും in the case of parasites parasites ആണ് കൂടുതലായിട്ട് വരുന്നത് and these parasites show special structures for adhesion അവര് ഏതെങ്കിലും ഒരു സർഫസിലോട്ട് അഡ്ഹിയർ ചെയ്യണം അപ്പൊ അങ്ങനെ അഡ്ഹിയർ ചെയ്യാൻ ഇറ്റ് ഹാസ് സ്പെഷ്യൽ സ്ട്രക്ചർ ഇപ്പം നമ്മൾ ടേപ്പ് വേം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹെഡിൽ സ്പിക്യൂ ഇത് കുറച്ച് സ്പൈൻ ലൈക്ക് തിങ്സ് ഉണ്ട് by which it attaches head വെച്ചാണ് അറ്റാച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ആ നെക്ക് റീജിയനിൽ തുടങ്ങിയാണ് സെൽസ് ഗ്രോത്ത് കാണിക്കുന്നത് അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഡെവ ഗ്രോ ചെയ്തത് ആ സെല്ല് കാണുന്നത് ഏറ്റവും ബാക്കിലായിരിക്കും കാണുന്നത് പിന്നെ അതിന് ഹുക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് സക്കേഴ്സ് ഉണ്ട് അപ്പൊ ഉള്ളതെല്ലാം അഡീസീവ് പ്രോപ്പർട്ടീസ് ആയിട്ടാണ് പറയുന്നത് പിന്നെ പാരസൈറ്റ് ആണ് ഈ നമ്മൾ പറയുന്ന ഈ ടേപ്പ് വേം എല്ലാം ഒരു സ്റ്റമക്കിലാണ് കാണുന്നത് എന്നിട്ട് അതിന്റെ egg egg is released along with faecal matter faecal മാറ്ററിൽ എഗ് റിലീസ് ചെയ്യും and if the person happens to defecate in open space അവിടുന്ന് അത് ഏതെങ്കിലും ഒരു ഫ്ലൈ മോസ്കിറ്റോ വഴിയോ നമ്മുടെ ഹൗസ് ഫ്ലൈ വഴിയോ ആ എഗ് ഇസ് ക്യാരി അത് നമ്മളുടെ ഇരിക്കുന്ന ആ ഫുഡ് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യാൻ ചാൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ബോഡിയിൽ വരുന്ന ബോഡിയിൽ വൺസ് ഇറ്റ് റീച്ചസ് ആ body the chance for growth is more പക്ഷേ if proper sanitation is there if proper sanitation is there നമ്മൾ പ്രോപ്പർ പ്ലേസിലാണ് ഡിഫിക്കേറ്റ് ചെയ്യുന്നത് ആ ഫീക്കസ് എല്ലാം ഒരു സ്ഥലത്ത് പോകുന്ന ചാൻസ് ഇല്ല അതൊരു കോണ്ടാക്ട് വരാനെങ്കിൽ the chance for this group to survive is less അല്ലെ അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ മോസ്റ്റ് ഓഫ് ദ പാരസൈറ്റ്സ് അവരുടെ റിപ്രൊഡക്റ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന നമ്പർ ആയിരിക്കില്ല അത് കുറെ കുറെ സീറോസ് ഇട്ട് ചിലപ്പോൾ ഒരു എയ്റ്റ് ടെൻ സീറോസ് ഒരു വൺ ഇട്ടിട്ട് അതിൻ്റെ കൂടെ അത്രയും ഇടുന്ന അത്രയും ആയിരിക്കും ഒരു ഓർഗാനിസത്തിന്റെ reproductive capability or its fecundity the number of eggs that is lay by an organism is known as its fecundity അപ്പൊ fecundity rate that is high in platyhelminthes the produce large number of eggs because ആ അത്രയും ലാർജ് നമ്പർ ഓഫ് എഗ്സ് വരുന്നതിലായിരിക്കും ചിലപ്പോൾ ഒരെണ്ണം സർവൈവ് ചെയ്യുന്നത് and classification class Turbellaria Monogenea Trematoda and Cestoda നാല് ക്ലാസ് ആണ് വരുന്നത് അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേംസ് ആണ് വരുന്നത് and Turbellaria they are mostly free living and aquatic forms some are terrestrial confined to humid areas and body of these uh, animals is covered with ciliated epidermal cells locomotion uh, they don't have any appendages other character salient feature aanu they don't have appendages for movement so still cilia cilia aanu flexible body aanu flexible body aanu and they keep on moving by uh, either ഒരു peristaltic movement പോലെ അല്ലെങ്കിൽ by the beating of these cilia in water and mouth is usually found on the ventral side. And these animals range from a few millimeters to few centimeters and uh, undulations of the body help in locomotion of larger forms. Cilia uh, may be absent on the dorsal side and present on the ventral side because that helps in uh, movement and there are few defensive functions which are known as rhabdoids and uh, and different types of muscles അതെ കാരണം അത് മസ്കുലർ മൂവ്മെന്റ് വഴി പോകുന്ന മൂവ് ചെയ്യുന്നത് കൊണ്ട് different types longitudinal circular muscles ഉണ്ട് അപ്പോൾ ഒരെണ്ണം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആവും ബോഡി ഒരെണ്ണം കൺസ്ട്രിക്ട് ചെയ്യുമ്പം that undulating movement is brought about by these muscles and nerve tissue is concentrated as ganglia in the diverticular diverticular എന്ന് പറഞ്ഞാൽ അതിന്റെ ഗട്ട് ആണ് ഡൈവർട്ടിക്കുലർ അവിടെയായിട്ടാണ് നെർവ് ടിഷ്യൂസ് കൂടുതലായിട്ട് കാണുന്നത് here the well-developed organ is the reproductive system. The reproductive system is the well-developed organ. ഇതാണ് ഒരു പ്ലമേറിയ കാണിക്കുന്നത് പ്ലമേറിയയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് അതിൻ്റെ ഇന്റേണൽ ഓർഗൻസ് വരുന്നത് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് thus no cavity completely covered ആണ് മീസോഗ്ലിയ വന്ന് കവർ ചെയ്താണ് കാണുന്നത് സോ ദാറ്റ്സ് അനദർ എക്സാമ്പിൾ പിന്നെ പ്ലനേറിയയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു regeneration that's a best regeneration best example ആണ് പ്ലനേറിയ എന്ന് പറഞ്ഞത് and then you have the Monogenea and body of these animal is covered with non ciliated syncytium syncytium നമ്മൾ പറഞ്ഞ പഠിച്ചിട്ടുണ്ട് സിൻസീഷ്യം എന്ന് പറഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെൽസിനെയാണ് നമ്മൾ സിൻസീഷ്യം എന്ന് പറയുന്നത് and this non ciliated multinucleated layer is what is known as tegument അത് ഇത്തിരി ഹാർഡാണ് അതുകൊണ്ടാണ് നമ്മൾ അതിന് ടെഗ്യുമെന്റ് എന്നാണ് പറയുന്നത് and the shape may be leaf like to cylindrical the are parasitic usually on the skin of gills or fish and they have attachment for attachment they have hooks suckers clamps development is uh, direct only one host is present so it is monogenetic ആയിട്ടാണ് നമ്മൾ പറയുന്നത് the usually have a free swimming ciliated larva and these are known as flukes monogenetic flukes ആയിട്ടാണ് നമ്മൾ പറയുന്നത് മോണോജീനിയ എന്നാണ് ക്ലാസിൻ്റെ പേര് തന്നെ because it is having a single ഹോസ്റ്റ് ഒറ്റൊരു ഹോസ്റ്റിലാണത് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് and these are the uh, example at the posterior end of the body they have certain structures like hooks or suckers by which they attach and usually they are found attached to the gills of fish അടുത്തത് വരുന്നത് ട്രിമാറ്റോഡയാണ് these are also parasitic they have oral sucker and ventral sucker but no hooks and this the skin is known as tegument here also and here they have more than one host and uh, in one host uh, a sexual reproduction takes place and uh, usually trematodes are known as digenetic flukes because they require two host ഒന്ന് ചിലപ്പോൾ ടു ഹോസ്റ്റ് അതിൽ ഒരെണ്ണം പെർമനന്റ് ഹോസ്റ്റ് ആയിരിക്കും ഒരെണ്ണം ഇന്റർമീഡിയറി ഹോസ്റ്റ് ആയിരിക്കും ഇന്റർമീഡിയറി ഹോസ്റ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ക്യാരി ചെയ്യാനായിരിക്കും ചില ഇത് രണ്ടും രണ്ട് ഹോസ്റ്റിലും ഡെവലപ്മെന്റ് വരും ഇപ്പം നമ്മൾ വെക്ടർ എന്ന് പറയും വെക്ടറും ഹോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്യാരി ചെയ്യുള്ളു ഹോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഹോസ്റ്റിന്റെ ബോഡിയിലാണ് അതിന്റെ ഡെവലപ്മെന്റ് വരുന്നത് ഇനി ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ട് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം എഗ്ഗായിട്ട് എടുക്കും എഗ്ഗായിട്ട് എടുത്തിട്ട് കുറച്ച് ലൈഫ് സൈക്കിൾ അവിടെ നടക്കും പക്ഷെ മെച്ചുറേഷനും റിപ്രൊഡക്ഷനും അവിടെ നടക്കില്ല അങ്ങനെയുള്ളതിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇന്റർമീഡിയറി ഹോസ്റ്റ് എന്ന് പറയും ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് liver fluke liver fluke is the best example Fasciola ആണ് അത് നമ്മൾക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ഇതാണ് കാരണം it's a digenetic parasite digenetic parasite ആണ് അത് വരുന്നത് ഒന്നില്ലെങ്കിൽ സ്നെയിലാണ് അതിൻ്റെ ഒരു കാരിയർ സ്നെയിലാണ് പിന്നെ വരുന്നത് ഹ്യൂമൺ ആണ് ദ അതോ one the other one is human and snail Lymnaea എന്നാണ് ആ സ്നെയിലിൻ്റെ പേര് it's a fresh water snail and within the snail within the snail it completes some part of its life some part of its life is completed within the snail സ്നെയിലിൽ ഇത് വരും സ്നെയിലിൽ ഹ്യൂമൻ മാത്രമല്ല ഈവൻ ഷീപ്പിലൊക്കെ അത് വരാറുണ്ട് ലിവർ ഫ്ലൂക്ക് വരാറുണ്ട് ലിവറിലാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇതിനെ ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നത് and it's leaf like structure ആണ് ഇനിയിപ്പോ ഷീപ്പിന്റെ ലിവറിലൊക്കെ കാണും അപ്പൊ ഷീപ്പ് അത് അതിന്റെ ഫീക്കൽ മാറ്റർ പോരുമ്പം അതിന്റെ കൂടെ ഇതിന്റെ സ്റ്റേജസ് ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും ലാവൽ സ്റ്റേജിലായിരിക്കും ആ ലാവൽ സ്റ്റേജിലുള്ള ഈ ഫ്ലൂക്കിൻ്റെ അത് ആ ലാവൽ സ്റ്റേജ് ആ ഫീക്കൽ മാറ്ററിന്റെ കൂടെ വരും അത് ഈ ലീഫ് ബ്ലേഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാൻ ചാൻസസ് ഉണ്ട് Lymnaea Lymnaea is a snail that lives both in fresh water as well as on land ഇത് ലാൻഡിൽ വരുന്ന ടൈമിൽ it happens to enter in to the Lymnaea അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ദിസ് ഗ്രാസിൽ that gets washed off that gets washed off and may reach Lymnaea the snail once it reaches the snail സ്നെയിലിൽ അത് റീച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് അവിടെ നിന്ന് സ്നെയിലിലെ ലൈഫ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അതിൻ്റെ സ്റ്റേജ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് യൂഷ്വലി നമ്മൾ ലിവർ ഫ്ലൂക്കിൻ്റെ സ്റ്റേജസ് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്നാണ് പറയുന്നത് ഹ്യൂമൻ അത് ഡിസ്ചാർജ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ അതിനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം this comes out either through urine or through faecal matter and then this remains ആ യൂറിൻ ഗെറ്റ്സ് വാഷ്ഡ് ഓഫ് ഈ പറഞ്ഞ പോലെ gets washed off to water വാട്ടറിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എഗ് ആയിട്ടായിരിക്കും എഗ് ഹാച്ച് ചെയ്യും എഗ് ഹാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് it enters within the snail സ്നെയിലില് പെനിട്രേറ്റ് ചെയ്യുന്ന സ്റ്റേജ് നമ്മൾ മിറാസീഡിയ എന്നാണ് ആ സ്റ്റേജിന് പറയുന്നത് and within the miracidia it reaches the മിറാസി സ്നെയിൽ സ്നെയിലിൽ നിന്ന് അത് ഏതെങ്കിലും വേറൊരു ഓർഗാനിസത്തിലോട്ട് വരാം അവിടെ നിന്ന് അത് ഫിഷിലേക്ക് വരാം ഫിഷിലോട്ട് വരുന്ന stage that is known as cercaria എന്നാണ് പറയുന്നത് it usually penetrates skin and then once ആ ഒരു ടൈമിൽ സെർക്കേരിയൽ സ്റ്റേജ് വരുന്ന ഒരു ടൈമിൽ അതിനൊരു മൂവ്മെന്റിന് വേണ്ടി അതിനൊരു ടെയിൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും and once it reaches the human the tail like structure is lost the tail like structure is lost it comes in to blood stream അങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ട് അത് ലിവറിൽ വരുന്ന ലിവറിൽ വന്നു കഴിഞ്ഞിട്ട് അത് മെച്യൂർ ചെയ്യും മെച്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് ബിക്കംസ് മെയിൽ ഫീമെയിൽ ആയിട്ട് മാറും എന്നിട്ട് അത് അവിടെ നിന്നാണ് അത് എഗ്ഗായിട്ട് റിലീസ് ചെയ്യുന്ന that egg fuses together once it is outside outside ആകുമ്പം അത് ഫ്യൂസ് ചെയ്ത് ആ എഗ്ഗാണ് സ്നേഹിലേക്ക് വരുന്നത് ഇത് ഞാൻ പറഞ്ഞപ്പം കുറച്ച് സ്റ്റേജ് ഒറ്റൊരു സ്റ്റേജ് ആയിട്ട് പറഞ്ഞ് പക്ഷേ ഇതിന് ഡിഫറെൻറ്റ് ഡിഫറെന്റ് ഫോംസ് ഉണ്ട് അതിൽ വരുന്നത് റീഡിയ സ്റ്റേജ് ഉണ്ട് സെക്കൻഡറി റീഡിയ ഉണ്ട് സെർക്കേറിയ ഉണ്ട് മെറ്റാ സെർക്കേറിയ സ്റ്റേജ് ഉണ്ട് അങ്ങനെ കുറച്ച് stages are present in the liver flu okay അടുത്ത ക്ലാസ് വരുന്നത് ക്ലാസ് സെസ്റ്റോടെയാണ് വരുന്നത് ക്ലാസ് സെസ്റ്റോഡയിൽ വരുന്നതാണ് ടേപ്പ് ഫോംസ് ടീനിയ സോളിയം എന്നാണ് Tinea solium and Tinea saginata, those are the two species of uh, tapeworms that are presented. Uh, tapewormിന്റെ വേറൊരു പേര് പോക്ക്വേം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് and this also is digenetic parasite ആയിട്ടാണ് പറയുന്നത് it lives in the gut of the host surrounded by the digested food material of the host മസിൽസിലാണ് കൂടുതൽ കാണുന്നത് and they have no mouth or gut and food can be directly absorbed through the highly modified tegment. The scolex scolex ആണ് നമ്മൾ ഹെഡ് ആയിട്ട് പറയുന്നത് ആൻറ്റീരിയർ റീജിയൻ ആയിട്ട് പറയുന്നത് by which it attaches it attaches to some surface and അതിന് കുറെ സെഗ്മെന്റ്സ് ഉണ്ട് segments you call it as proglottid proglottids എന്നാണ് സെഗ്മെന്റ്സിനെ പറയുന്നത് and once this proglottids are mature they detach from the body of the tape ആ ടേപ്പ് ബോഡിയുടെ അറ്റത്തുന്നത് ഡിറ്റാച്ച് ചെയ്യും അറ്റത്തുന്നത് ഡിറ്റാച്ച് ചെയ്തിട്ട് അതിലാണ് എഗ്ഗ് വരുന്നത് എന്നിട്ട് ആ ഒരു ഓരോ പ്രോഗ്ലോട്ടിഡ്സും ഓരോ ഒരു വൺ ലാക്ക് എഗ് ഉണ്ടാകും ഈ പ്രോഗ്ലോട്ടിഡ്സിന് and they are they come out through faecal matter and from the ആ എഗ് ആയിരിക്കും ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം കാറ്റിലോ എങ്ങനെയെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഫുഡിൽ വരാം and in the gut of the cattle digenetic ആണ് കാറ്റിൽ വരുമ്പം അത് ഹാച്ച് ചെയ്യും and the larva with six hooks emerge out oncosphere oncosphere എന്നാണ് ആ ഹുക്കിന് പറയുന്നത് and it penetrates intestinal wall in to blood vessel അവിടെ വരുമ്പോഴത്തേക്കും അത് നമ്മള് കാറ്റിൽ കഴിക്കുമ്പം അത് മീറ്റ് കഴിക്കുമ്പം മീറ്റ് പ്രോപ്പർലി കുക്ക്ഡ് അല്ലെങ്കിൽ റീച്ചസ് ആ ബോഡി അതാണ് ടേപ്പ് വേം പറയുന്നത് and tapeworm of Taenia solium ഇപ്പൊ ഞാൻ പറഞ്ഞത് ടീനിയ സജിറ്റയാണ് സെയിം തന്നെയാണ് Taenia solium or the pork tapeworm എന്നാണ് നമ്മൾ ടീനിയ സോളിയം എന്ന് പറയുന്നത് here uh, instead of the cattle, it requires uh, pig. But pig is the intermediate host in the case of Tinea, Solium, and man is the primary host. മാനിലാണ് അതിൻ്റെ മെച്യൂർ സ്റ്റേജസ് എല്ലാം വരുന്നത് പോക്കിൽ പോക്കിൻ്റെ മസിൽസിലാണ് കാണുന്നത് അതുകൊണ്ടാണ് പോക്ക് മേടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അത് കുക്ക് ചെയ്യണം എന്ന് പറയണം ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്തിട്ട് കാര്യമില്ല high temperature for a long time കാരണം കാറ്റിൽ എല്ലാവരുടെയും പിഗൊക്കെ എല്ലാവരെയും ഗ്രേസ് ചെയ്യുന്നതാണ് ഈസി ആയിട്ട് ഇത് ബോഡിയിലോട്ട് വരാം അവിടെ നിന്നാണ് ഇത് ബാക്കിയുള്ള മാനിലോട്ടൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതൽ and with hooks hooks and ഇതിന്റെ ഹെഡാണ് ഈ കാണുന്നത് ഹെഡിൽ വരുമ്പം ഇതാണ് ടീനിയ സജിനേറ്റും ഇത് ടീനിയ സോൾനേറ്റുമാണ് ഇവിടെ വരുമ്പോഴത്തേക്കും സക്കേഴ്സ് ഉണ്ട് സക്കേഴ്സും ഹുക്സും വെച്ചിട്ടാണത് അറ്റാച്ച് ചെയ്ത് കാണുന്നത് ടീനിയ സജിനേറ്റ കാറ്റിൽസിലാണെങ്കിൽ ടീനിയ സോളിയം വരുന്നത് പിഗിലാണ് കാണുന്നത് so that's about platyhelminthes പ്ലാറ്റി ഹെൽമിന്തസിന്റെ കേസ് പറയുമ്പം അത്രയുമാണ് പറയുന്നത് പിന്നെ വരുന്ന അടുത്ത ക്ലാസ് നിമാറ്റോടെയാണ് They are popularly known as roundworms. Roundworm, oh, screen share ചെയ്തില്ല സോറി നിമാറ്റോഡ്സും വരുമ്പോഴത്തേക്കും nematodes as well as platyhelminthes രണ്ടും പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ടും പാരസിറ്റിക് ഫോംസ് ആണ് കൂടുതൽ കാണുന്നത് they don't require digestive system because parasitic അവരത് എടുക്കുന്ന ഡൈജസ്റ്റഡ് ഫുഡാണ് കഴിക്കുന്നത് ഡൈജസ്റ്റഡ് ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ഡൈജഷൻ പ്രോസസ് ഒന്നും നടക്കുന്നില്ല that is taken by the tegument twelve thousand species ആ നോൺ ആൻഡ് അൺനോൺ അൺനോൺ ആയിട്ട് കുറെ ഉണ്ട് ഇപ്പൊ ഉള്ള പാരസൈറ്റ്സിനെ പാരസൈറ്റ്സിനെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടൊന്നും ഇല്ല നമ്മളിങ്ങനെ പറയുന്ന നോൺ ഇത്രയും അൺനോൺ ആയിട്ട് ദർ ഇസ് ലാർജ് നമ്പർ എന്നാണ് പറയുന്നത് and they are found free in soil or uh, within animals and plants as parasites. And uh, body is vermiform, worm worm cylindrical body and a body bilaterally symmetrical but with tendency for radial symmetry a tough and complex, complex cuticle. Cuticle is the outer covering. Outer covering. Uh, body has more than two cell layers. Tissues and organs are present in nematodes. Body cavity is pseudocoel. Pseudocoel or false coelom is present. False coelom ആണ് നമ്മൾ കാണുന്നത് gut extending from the mouth at the anterior end to anus which is subterminal ആയിട്ടാണ് anterior end il തന്നെ ella കാണുന്നത് and they have a muscular pharynx longitudinal nerves in the dorsal and ventral epidermal cords uh, with direct contact with muscle cells muscles pull ചെയ്യാണെങ്കിൽ അതിനൊരു ടച്ച് വരുമ്പം അതൊന്ന് പുൾ ചെയ്യണം അപ്പൊ അങ്ങനെയുള്ളതിനുള്ള നെർവ്സ് ആണ് കാണുന്നത് and nerves are in the form of cords പോലെയാണ് ചെറിയ ചെറിയ ചെറിയ ചെറിയ നെറ്റ്വർക്ക് പോലെയാണ് കാണുന്നത് and muscles muscles of the body wall ആ peculiar feature the are peculiarly arrange no circulatory system ഇവിടെ വരുമ്പോൾ flame cells flame cells are again type of excretory cells ആണ് ഇവിടെ വരുമ്പോഴത്തേക്കും ഫ്ലെയിം സെൽസും നെഫ്രീഡിയം ഒന്നുമില്ല എക്സ്ക്രീറ്ററി സെൽസ് ആയിട്ട് ഒന്നുമില്ല കാരണം എന്താ ഡൈജസ്റ്റഡ് ഫുഡാണ് കഴിക്കുന്നത് അപ്പൊ അതിന് പ്രത്യേകിച്ച് എക്സ്ക്രീറ്റ് ചെയ്യാൻ ഒന്നും വരുന്നില്ല no cilia of flagella and excretory tubules in one or limited number of rennet cells. Highly determinate type of cleavage development is direct and a unique feature that is seen is Utley, mature form from young to uh, adult growth involves increase in cell size rather than cell number സെല്ലിന്റെ ആ സൈസ് ഇപ്പൊ നമ്മള് ടേപ്പ് വേം പറഞ്ഞു ടേപ്പ് വേം പറഞ്ഞപ്പം ഞാൻ എന്താ പറഞ്ഞ അത് സെഗ്മെന്റ്സ് ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്ന സെഗ്മെന്റ് വെച്ചാണ് അതിന്റെ ഇപ്പോഴത്തെ ഗ്രോ ചെയ്ത സെഗ്മെന്റ് സോറി സോറി ഞാൻ അങ്ങനെയാ പറഞ്ഞത് ഏറ്റവും മെച്യൂർ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നെക്ക് റീജിയന്റെ അവിടെ നിന്നാണ് ഗ്രോത്ത് വരുന്നത് നമ്മൾ ഫ്ലാറ്റി ഹെൽമിൻഡസ് വരുമ്പോൾ നെക്ക് റീജിയന്റെ അവിടെയാണ് ഗ്രോത്ത് ഏറ്റവും മെച്യൂർ ആയിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ് ആണ് അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് അവിടെ ആ എത്ര ഗ്ലോട്ടിഡ്സ് വന്നിട്ടുണ്ട് പ്രോഗ്ലോട്ടിഡ്സ് എത്ര വന്നിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഗ്രോത്ത് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല സൈസ് ഇൻക്രീസ് ചെയ്താണ് കാണുന്ന ആ ഒരു ടേം ആണ് eutely eutely is increase in size rather increase in number of cells And this is the structure of a nematode organs and ഒരു coelom or body cavity is present body cavity എന്ന് പറയാൻ ഒരു ഇതുണ്ട് അവിടെ കുറച്ച് ഓർഗൻസ് ആയിട്ട് ഇപ്പം കാണുന്നുണ്ട് cuticle that's outer covering outer covering ആയിട്ട് നമ്മൾ ഒരു അതിനൊരു റിജിഡിറ്റി കൊടുക്കാൻ ഒരു ക്യൂട്ടിക്കൽ ഉണ്ട് ബോഡി കാവിറ്റി ഉണ്ട് ബോഡി കാവിറ്റിയിൽ കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട് that again gives it its shape example ആണ് ആസ്കാരിസ് ആണ് എക്സാമ്പിൾ ആയിട്ട് ഹുക്ക് ഒക്കെയാണ് നമ്മൾ പറയുന്നത് there is sexual dimorphism is seen male വേറെ ഫീമെയില് വേറെ ആയിട്ടാണ് കാണുന്നത് ആ മെയില് വേറെ ഫീമെയില് വേറെ ആയിട്ട് കാണുന്നതിനെയാണ് നമ്മൾ സെക്ഷൽ ഡൈമോഫിസം എന്ന് പറയുന്നത് females are usually larger females are usually larger than males males are shorter and Uh, they have some structures for transferring of this sperm from male to female. Uh, others um, claspers uh, hook vole endengilum posterior region le kaanarundu for transferring this uh, sperm and classification classification is based on the presence or absence of phasmid phasmids they are minute paired sensory organs which are located near the anal region or the posterior region. And uh, they can be divided into two class, fast media and fast media. Fast media that doesn't possess this fast mid, and fast media that possess this fast Uh, fast media is also known as class Cecirnitia and uh, fast media is known as adenophoria. എല്ലാ പേരും ക്ലാസ്സിന്റെ പേരൊക്കെ എഴുതി വെക്കുക ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കുക അങ്ങനെ പഠിക്കാൻ പാടുള്ളു അല്ലെങ്കിൽ തെറ്റിപ്പോകും നമ്മൾക്ക് കൺഫ്യൂഷൻ കൂടുതലായിട്ട് വരും പറ്റുന്നെങ്കിൽ സ്പെല്ലിംഗ് എഴുതി പഠിക്കാൻ തന്നെ നോക്കുക and almost all are terrestrial in this group of media and many are important parasites free living species live in soil അതുകൊണ്ടാണ് ടെറസ്ട്രിയൽ എന്ന് പറയുന്നത് വേറൊരു കാര്യം ടെറസ്ട്രിയൽ എന്ന് പറയുന്നത് പ്ലാന്റ്സിലോ ആനിമൽസിലോ ടെറസ്ട്രിയൽ പ്ലാന്റ്സിലോ ആനിമൽസിൽ കാണുന്ന പാരസൈറ്റ്സ് ആയതുകൊണ്ടും അതിനെ നമ്മൾ ഇത് ടെറസ്ട്രിയൽ ആയിട്ട് പറയും and phasmids phasmids are present within this group amphids are sensory and pore like structures which are located on lateral lips epidermal cells are uh, single nucleated or they are syncytial. Excretory glands or excretory canals are present and examplus ascaris, ankle, ankylostoma, enterobius, vichuria, bancrofti, rhabditis. എല്ലാം പാരസൈറ്റ്സ് ആണ് ഡിസീസ് കോസിങ് പാരസൈറ്റ്സ് ആണ് ഇതിൽ വരുന്നത് So these are the different ones, more or less similar in structure ആണ് വരുന്നത്. And adenophoria or aphasmida, the group is polyphyletic, most are free living, only few are parasitic. They lack phasmids and the best example is uh, trichinella. Uh, aphasmidയും phasmidയും കൂടെ compare ചെയ്യുന്ന ടൈമിൽ you can say that these are uninucleate forms, whereas the other one is syncytial forms. And excretory glands are present here as well as both, but excretory canals are absent in FAS media, whereas it is present in FAS media forms. Ascaris lumbricoides ആണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് it is known as round worm and it inhabits humans small intestine and more commonly infest children ചിൽഡ്രനിൽ കാണുന്നതാണ് റൗണ്ട് വേം അല്ലെങ്കിൽ വെരയെന്ന് നമ്മൾ പറയുന്നത് and this endoparasite completes its life cycle without intermediate host. It is light yellow or light pink in color and 20 to 40 centimeter ആണ് ലെങ്ത് വരുന്നത് mouth is situated at the anterior end and it is guarded by three lips. It's um, parasite anaerobic respiration ആണ് uh, and copulation copulation of it carries place within the intestine അവിടെ തന്നെ mate ചെയ്യും അവിടെ തന്നെ ആണ് അതിൻ്റെ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത് single parasite and within human body first ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾക്ക് എഗ് എഗ്ഗായിട്ട് ഇത് ഫീക്കൽ മാറ്ററിൽ വന്നു കഴിഞ്ഞാൽ അത് ലാർവയായിട്ട് കൺവേർട്ട് ചെയ്യും പാർത്തനോജെനറ്റിക് ഓ പാർത്തനോജെൻസസ് ഇസ് ദേ അപ്പോൾ ഫ്യൂഷൻ ഒന്നും വേണ്ട അല്ലാതെ തന്നെ അത് it grows in to an individual fusion ഇല്ലാതെ ഗ്രോ ചെയ്യുന്നതാണ് ഫ്രം ആൻ എഗ് എങ്കിൽ you call that process as parthenogenesis you call that process as parthenogenesis and this in exhibits parthenogenesis where you have an uh, egg with second larval stage. The larva is uh, ingested എങ്ങനെയെങ്കിലും അത് വല്ല മോസ്കിറ്റോന്റെ വല്ല അപ്പൻഡേജസ് വഴിയോ എങ്ങനെയെങ്കിലും അത് ഫുഡിൽ എത്തുന്നു ഫുഡിൽ നിന്ന് അത് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ that is within the intestine intestine and and within the intestine uh, it somehow penetrates into the bloodstream blood സ്ട്രീമിൽ വന്നു കഴിഞ്ഞ് പിന്നെ ലങ്സിൽ വരുന്ന് ട്രക്കിയയിൽ വരുന്ന് അവിടെ നിന്ന് ഫാരിങ്സിലോട്ട് വരും ഫാരിങ്സിൽ വന്നു കഴിയുമ്പോൾ അതവിടെ വെയിറ്റ് ചെയ്യും ഫുഡ് വരുന്ന ടൈമിൽ ഫുഡിലോട്ട് അത് വരുന്നു and it is ingested in once its follows its follows and reaches the stomach സ്റ്റമക്കിൻ്റെ ആ പി എച്ച് സ്റ്റാൻഡ് ചെയ്യാറുണ്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്തത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വന്ന് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വന്നു കഴിഞ്ഞാൽ അത് അറ്റാച്ച് ചെയ്ത് എത്ര നാൾ വേണമെങ്കിലും അത് അങ്ങനെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ തന്നെ നിൽക്കും ആൻഡ് ഒരെണ്ണം വന്നിട്ട് കാര്യമില്ല both male and female should come male female ആണെങ്കിൽ കുഴപ്പമില്ല മെയിൽ ആണെങ്കിൽ ഇറ്റ് റിമെയിൻസ് ആസ് ഇനി most of these forms they attach themselves അത് അങ്ങനെ പെട്ടെന്ന് ഫുഡിൽ കൂടെ പുറത്തേക്ക് പോവില്ല they remain for a longer time and they start producing eggs eggs start ചെയ്യും അവരുടെ life cycle that is completed within the same host number increase ചെയ്യും this is how Ascaris lumbricoides or roundworm is present in our body. ഇതിപ്പോ ഞാൻ പറഞ്ഞതാണ് പിന്നെ വരുന്നത് hookworm ആണ് Ancylostoma duodenale that's again a parasite of man same way എല്ലാം മോറോലസ് സെയിം വേ ആണ് എത്തുന്നത് പിന്നെ വരുന്നത് Mucheria Bancrofti, which is the filarial worm on a, and that requires a vector, a vector to carry it, and that's a female Anopheles mosquito on a varanother uh, carry another carry the condona by chamber along with its saliva. the this pathogen also enters into our body, bloodstream lana entry another, and later they migrate to different points of ആ ബോഡി ലൈക്ക് ഹാൻഡ് കാലോ എങ്ങനെയെങ്കിലും വരും ആൻഡ് കോസസ് ഫൈലേറിയ ഫൈലേറിയ നമ്മളുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ may be it is in dormant condition dormant കണ്ടീഷനിലല്ല അതും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മളുടെ ബോഡിയിൽ but it remains as such for somewhere around twenty to thirty years നമ്മൾ ഏജ്ഡ് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയി കഴിയുമ്പോഴാണ് ഫൈലേരിയാസസ് അല്ലെങ്കിൽ മന്ത് യൂഷ്വലി എപ്പിയർ ചെയ്യുന്നത് but it may be uh, present in ആ body at very early stages അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ആണെങ്കിൽ ഇതിന് മെഡിസിൻ കൊടുത്താൽ റിക്കവർ ചെയ്യാം അത് ബ്ലഡ് സ്ട്രീമിലോട്ട് വരുന്നത് ഈ ഫൈലേറിയൽ വേം ബ്ലഡ് സ്ട്രീമിലോട്ട് വരുന്നത് രാത്രികാലങ്ങളിൽ മാത്രമാണ് അതുകൊണ്ടാണ് ഈ ഫൈലേറിയാസിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ബ്ലഡ് എടുക്കാൻ രാത്രികാലങ്ങളിൽ വരുന്നത് ബ്ലഡ് സ്ട്രീമിലോട്ട് വരുന്നത് നൈറ്റ് ടൈമിലാണ് parasitic adaptations other peculiar features of nematodes നിമാറ്റോഡ്സിൽ കാണുന്നത് പാരസിറ്റിക് അഡാപ്റ്റേഷന് വേണ്ടിയുള്ള കുറെ ചേഞ്ചസ് അവരുടെ ബോഡിയിൽ കാണാറുണ്ട് usually the body is vermiform vermiform ആണ് ഇലോങ്ങേറ്റഡ് ആണ് tapering at both ends and locomotory structures are completely absent and by chance ആണ് വരുന്നത് ആൻഡ് അഡൾട്ട് വേംസ് എപ്പോഴും ബോഡിയുടെ അകത്ത് വന്നു കഴിഞ്ഞാണ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് and it doesn't require digestive system digested ഫുഡാണ് കഴിക്കുന്നത് and the pellicle the cuticle the cuticle is able to withstand the different P H of body സ്റ്റമക്കിൽ വരുമ്പോൾ അസിഡിക് ആണ് ഇൻഡസ്റ്റൈനിൽ വരുമ്പോൾ ആൽക്കലൈൻ ആണ് അപ്പോൾ ആ ഒരു പി എച്ച് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ആ ഒരു capacity is present within the egg and one of the most peculiar feature is the egg that is released the egg that is released by these parasites it's able to withstand any type of temperature and stay for about 20 10 to 20 years വരെ അതിന് ഒരു കുഴപ്പം പറ്റാണ്ട് അത് ഡോർമെന്റ് കണ്ടീഷനിൽ നിൽക്കും and once it gets a suitable host only at that time it starts its reproduction or multiplication പിന്നെ fecundity rate is high that is again a parasitic adaptation പിന്നെ വരുന്നത് എനേറോബിക് കണ്ടീഷൻസിലാണത് സർവൈവ് ചെയ്യുന്നത് that is the most plus point അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയാൻ പറ്റുന്നത് അത് പാരസിറ്റിക് അഡാപ്റ്റേഷൻ ആണ് എനേറോബിക് കണ്ടീഷൻസിലും അൺഫേവറബിൾ കണ്ടീഷൻസും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് so with that nematoda is over ഇനി വരുന്നത് അടുത്ത ബ്ലോക്കാണ് അടുത്ത സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നതാണ് അനലിഡ ആർത്രോപോഡ അനലിഡ വരുമ്പോഴത്തേക്കും those are segmented forms segmented ആണ് body annules or segmentation segmented forms വരുന്നത് metamerism or segmentation that's a important phenomena that is visible visible ആണ് അനലിഡയിൽ വരുമ്പോൾ ഒരു എർത്ത് അല്ലെങ്കിൽ ഒരു മണ്ണിര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ബാൻഡ് ബാൻഡ് പോലെ ബോഡിയിൽ കാണും and that is segmentation and here this is the phylum phylum you can find true coelomates pseudo coelomates ആയിരുന്ന നിമാറ്റോഡയിൽ വരുന്നത് പ്ലാറ്റി ഹെൽമിന്തസിൽ വന്നപ്പോഴത്തേക്കും സീലോമേറ്റ് uh, ആണ് പ്ലാറ്റി ഹെൽമിന്തസിൽ വരുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും it is true coelomates or eucoelomates are found ഇനി മെറ്റാമെറിസം ആണ് കാണുന്നത് മെറ്റാമെറിസം ഓർ സെഗ്മെന്റേഷൻ അതെപ്പോഴും ചോദിക്കുന്നതാണ് what is metamerism the division of body into a series of more or less identical segment എല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും ഒന്നിലൊരു നെഫ്രീഡി ഉണ്ടെങ്കിൽ അടുത്തതിൽ നെഫ്രീഡി ഉണ്ടാവും ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമിന്റെ പോർഷൻ വരുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ അടുത്ത സെഗ്മെന്റിലും വരും സീലിയ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ സീലിയ അടുത്ത സെഗ്മെന്റിലും കാണും so almost equal division takes place and that process of segmentation is what is known as metamerism and each segment is what is known as metamer and uh, since it is segmentation you call these worms as segmented worms 15000 segment species all of about 15000 species are present. And in this 15,000 species, important um, ആയിട്ട് നമ്മൾക്ക് നമുക്ക് പരിചയമുള്ളത് വരുന്നത് ഏർത്വം ആണ് വരുന്നത് പിന്നെ വരുന്നത് ലീച്ചസ് ലീച്ചസ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അട്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഈ ഫിഫ്റ്റീൻ തൗസൻഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ ലീച്ചസ് തന്നെ നിയർലി ഫോർ ഹൺഡ്രഡ് സ്പീഷീസോളം വരും ഏർത്വം തന്നെ കുറേ സ്പീഷീസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫിഫ്റ്റീൻ തൗസൻഡ് സ്പീഷീസ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് നീറസ് നീറസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിൽ പഠിക്കുന്ന വേറൊന്ന് ഇത് അതിന്റെ സെഗ്മെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്ന how the body looks how the body looks in planaria planaria nematoda as well as നമ്മളുടെ അനലിഡയിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ സമയമില്ല നമുക്ക് ക്യാരക്ടേഴ്സ് പറഞ്ഞുതരാം വേർമിഫോം ബോഡി സിമെട്രിക്കൽ ആണ് ബയലാട്രൽ സിമെട്രിക്കൽ ആണ് മെറ്റാമെറിസം ഇസ് ഷോൺ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ് ആൻഡ് കൈറ്റിനസ് സീറ്റെ നമ്മൾ ഏർത്ത് വോമിനെ കാണുമ്പം ഏർത്ത് വോമിന് റഫ് സർഫ് ഒരു മ്യൂക്കസ് uh, പോലെ ഒരു സെക്രീഷൻ ഒരു മ്യൂക്കസ് പോലത്തെ സെക്രീഷൻ ഉണ്ടാകും ബോഡി സിലിണ്ട്രിക്കൽ ആണ് അതിന് അപ്പൻഡേജസ് ഒന്നും കാണാറില്ല പക്ഷെ അങ്ങനെയല്ല it has few appendages and these appendages are known as setae setae എന്നാണ് അപ്പൻഡേജസിന് പറയുന്ന പേര് പിന്നെ ഷൈസോസീലോമിക് സീലോം ആണ് coelomic coelom appearing as a split of cavity with mesoderm ആദ്യത്തെ ഫോംസ് എല്ലാം ഷൈസോസീലിക് ആണ് പിന്നെയാണ് ഒക്കെ തുടങ്ങി എക്കൈനഡോമേറ്റയിൽ വരുമ്പോഴാണ് എൻട്രോസീലിക് സീലോമായിട്ട് മാറുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ടൊരു സീലോ വരുന്നത് body vascular system is closed ക്ലോസ്ഡും ഓപ്പണും ഉണ്ട് ഓപ്പൺ ആർട്രോപോഡയിൽ വരുമ്പോൾ പഠിക്കും ഇവിടെ ക്ലോസ്ഡ് ആണ് ബ്ലഡ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ത്രൂ ട്യൂബ്യൂൾസ് ആണ് when blood flows through tubules you call it as closed circulatory system open എന്ന് പറയുമ്പോൾ ബ്ലഡ് കുറച്ച് ട്യൂബിൽ കൂടെ പോകും അത് കഴിഞ്ഞ് കുറച്ച് ഓപ്പൺ സ്പേസസ് ഓർ ലാക്കിമേലായിരിക്കും അത് വന്ന് വീഴുന്നത് അവിടെ നിന്ന് again it may be taken by some tubes അപ്പൊ അങ്ങനെയുള്ള system open tube circulatory system എന്ന് പറയും ബ്ലഡ് നമ്മളുടെ ബോഡിയിലൊക്കെ ആർട്ടറീസ് വെയിൻസിൽ കൂടെ മാത്രമാണ് പോകുന്നത് അല്ലാതെ എല്ലാവരുടെയും ബ്ലഡ് ഇല്ല അപ്പൊ ട്യൂബ്സിൽ കൂടെ മാത്രം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ കൂടെ മാത്രം ബ്ലഡ് പോവുകയാണെങ്കിൽ it's known as closed circulatory system and here in annelida you find closed circulatory system പിന്നെ വരുന്നത് respiratory pigments are present and plasma contains amoebocytes amoebocytes defensive മെക്കാനിസത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അമീബോസൈറ്റ്സ് സ്യൂഡോപോഡിയ പോലെ ഫോറിൻ പാർട്ടിക്കിൾസിന് അബ്സോർബ് ചെയ്യും Gut is muscular with mouth and anus. A well-developed digestive system starts from annelida. Digestive system is present in other groups, but a well-developed digestive system starts with annelida. Uh, body body is divided into numerous segments nu എന്ന് പറഞ്ഞു അതിൽ ആൻറ്റീരിയർ റീജിയനിൽ കാണുന്ന സെഗ്മെന്റ്സിന് ellathine നമ്മൾ prostomium nanu parayunnathu posterior region le ഇങ്ങനെ full segments aanu അവിടെ ആന്റീരിയർ റീജിയനിൽ കാണുന്ന സെഗ്മെന്റ്സിന് പ്രോസ്റ്റോമിയം എന്ന് പറയും പോസ്റ്റീരിയർ റീജിയനിൽ കാണുന്ന സെഗ്മെന്റ്സിന് പൈജീഡിയം എന്നാണ് പറയുന്നത് ബാക്കിയുള്ളതെല്ലാം ട്രങ്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആൻഡ് ഹിയർ ഒരു ബ്രെയിൻ പോലെ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് അനലിഡയിലാണ് the nerve system consist of supra oesophageal ganglion ബ്രെയിൻ്റെ വേറെ പേരാണ് നമ്മൾ അനലിഡയിൽ പഠിക്കുന്ന പേരാണ് supra oesophageal ganglion since it is found on top of the oesophagus it is known as supra oesophageal ganglion ഈസോഫാഗസിന്റെ ടോപ്പിൽ കാണുന്ന ganglion supra oesophageal ganglion and താഴെ കാണും ഒരു ganglion which is known as sub oesophageal ganglion oesophagus digestive സിസ്റ്റമിൽ വരുന്നതാണ് അപ്പൊ ഈ ഈസോഫാഗസിന്റെ ടോപ്പിൽ ഒരെണ്ണം കാണുന്നത് സുപ്ര എന്ന് പറയും താഴെ കാണുന്നത് സബ് ഈസോഫാഗിയൽ എന്ന് പറയും ഇനി ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കുറച്ച് നെർവ്സ് ഉണ്ട് അതിനെ നമ്മൾ സർക്കം മീസോഫാഗിയൽ റിംഗ് എന്നാണ് പറയുന്നത് സർക്കം മീസോഫാഗിയൽ റിംഗ് എന്നിട്ട് അവിടെ നിന്ന് വെൻട്രൽ സൈഡിലോട്ട് നമ്മൾക്ക് ഡോസൽ ട്യൂബിലെ നെർവ് കോഡ് ആണല്ലേ ഡോസൽ സൈഡിലാണ് നമ്മളുടെ വേർട്ടിബ്രേ കാണുന്ന വേർട്ടിബ്രയുടെ അകത്താണ് നെർവ് സിസ്റ്റം കാണുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും വെൻട്രൽ സൈഡിലാണ് നെർവ് സിസ്റ്റം ഇൻവേർട്ടിബ്രേറ്റ്സിന് എല്ലാത്തിനും വെൻട്രൽ സൈഡിലാണ് nerve system the only thing is ആ ബ്രെയിൻ അല്ലെങ്കിൽ സെറിബ്രൽ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നതാണ് അതിന്റെ ഹെഡ് റീജിയനില് കാണുന്നത് ഓക്കെ അപ്പൊ വെൻട്രൽ സൈഡിൽ കാണുന്ന നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗാംഗ്ലിയ ഉണ്ടാവും അവിടെ ഇവിടെ ഗാംഗ്ലിയ അതിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകും അത് നമ്മള് എർത്ത് വോം പ്രാക്ടിക്കൽസ് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം പ്രാക്ടിക്കൽസ് നിർത്തിയിട്ടുണ്ട് എർത്ത് വോമിന്റെ അപ്പൊ അതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഒരു ലൈൻ പോലെ നമുക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് സെഫലൈസേഷൻ ആ സീൻ ഹെഡ് എന്ന് പറയാനൊന്നും ഇല്ലെങ്കിലും ഒരു ആന്റീരിയറിൽ ഒരു പ്രൊജക്ഷൻ പോലെ ഒരു പ്രോസ്റ്റോമിയം മൗത്ത് മൗത്തിനെ സറൗണ്ട് ചെയ്ത ഒരു സെഗ്മെന്റ് അപ്പൊ അത് സെഫലൈസേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും sensory system excuse me sensory system എന്ന് പറയുന്നത് eyes are present photoreceptor cells are statocyst ഉണ്ട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട് ടാക്ടൈൽ ഓർഗൻസ് ടാക്ടൈൽ ഓർഗൻസ് എന്ന് പറഞ്ഞ പാൽപ്പ് ടെൻഡക്കിൾസ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ മൗത്ത് റീജിയനിൽ കാണാറുണ്ട് നീരിൽസ് വരുമ്പോൾ നമുക്കത് കാണാം എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് nephridia is the excretory system that is present in annelida അനലീഡയിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് നെഫ്രീഡിയ നെഫ്രീഡിയ ആണ് അത് നമ്മൾ പഠിക്കണം കാരണം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇതിന്റെ ചേഞ്ചസ് ആയിരിക്കും ആർത്രോപോഡയിലും ഒളുസ്കയിലും കാണുന്നത് respiration through skin gills or parapodia the depends whether the organism is terrestrial or aquatic parapodia എന്ന് പറയുന്ന പാരപ്പോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നാണ് ആ setae എറൈസ് ചെയ്യുന്നത് അപ്പൊ അത് ത്രൂ ഔട്ട് ബോഡിയിലാണ് കാണുന്നത് and it functions as a respiratory structure sexes may be separate or mostly it is hermaphrodites. Uh, cleavage is spiral with mosaic development and larva. Larva is seen only in few forms and when it is present, the larva is known as trochophore larva and some animals show asexual reproduction by budding process. ഇത്രയുമാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പിന്നെ വേറെ ഏത്വം പറയുമ്പം അല്ലെങ്കിൽ വേറെ ഓർഗാനിസം പറയുമ്പം പറയുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ clitellum this is a muscular gland which is found from segments ഒരു ഫോർട്ടീൻ ഫോർട്ടീൻ ടു എയ്റ്റീൻ വരെ വരുന്ന സെഗ്മെന്റ്സ് പലതിലും പല നമ്പറാണ് പറയുന്നത് അത് ആ ഒരു റീജിയൻ സെഗ്മെന്റേഷനിൽ ആ ഒരു റീജിയൻ വരുമ്പോഴത്തേക്കും റിപ്രൊഡക്ഷന്റെ ടൈം വരുമ്പം that thickens in to a muscular gland and within this muscular gland you have the well developed reproductive organs and you have the genital pores on the ventral side you have the genital pores through which the male and the female uh, uh, gametes ആ passed and the genital pores are different മെയിലില് ജെനിറ്റൽ പോർ ഉള്ള സ്ഥലത്തല്ല ഫീമെയിലില് ജെനിറ്റൽ പോസ് അപ്പോൾ clitellum clitellum that's a muscular gland that is present as that's a characteristic feature of annelida അനലിഡയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് അത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് നമ്മൾക്ക് ഏർത്ത് വോമിലാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് And phylum Annelida, phylum Annelida, if you take Annelida, this phylum is classified into three groups, Polychaeta, Oligochaeta and Hirudinae. Polychaeta means numerous setae are uh, appendage function function setae ആണെന്ന് പറഞ്ഞ് അത് കുറേ ഉണ്ടെങ്കിൽ you call them as polychaeta കുറച്ചാണെങ്കിൽ few in number as in the case of earthworm ആണെങ്കിൽ you call them as oligochaeta പോളിക്കീറ്റയുടെ എക്സാമ്പിൾ വരുന്നത് മീറിസ് ആണ് പിന്നെ വരുന്ന ക്ലാസ് ആണ് ക്ലാസ് ഹിറിഡീനിയെ അതിലാണ് ലീച്ചസ് ലീച്ചസ് വരുന്നത് ക്ലാസ് ഹിറിഡീനിയയിലാണ് ലീച്ചസ് വരുന്നത് ക്ലാസ് പോളിക്കീറ്റ പോളിക്കീറ്റ ഞാൻ പറഞ്ഞു കുറെ സീറ്റ് ഉണ്ടാകും പോളിക്കീറ്റയിൽ വരുമ്പം they are usually marine forms marine forms ആണ് കാണുന്നത് and polychaeta don't have clitellum here sexes are separate it show sexual dimorphism hermaphrodites അല്ല they have no distinct of permanent sex organs but the gonads consist of masses of developing gametes arising as swellings of peritoneum എന്ന് പറഞ്ഞാൽ ബോഡി ആണ് പെരിറ്റോണിയം എന്ന് പറയുന്നത് and larval stages present larval stages trochophore larva and here polychaetes you can see even budding ഇതാണ് Nereis Nereis is the best example for polychaeta പോളിക്കീറ്റയുടെ ബെസ്റ്റ് എക്സാമ്പിൾ വരുന്നത് നീറിസ് ആണ് ഇതിന്റെ സ്ട്രക്ചർ പറയുവാണെങ്കിൽ here here you have few structures like you have tentacles and palps tentacles under palps under cerci under these are concerned with uh, other sensory function on a chain and then you have the mouth mouth your region lana uh, varanada prostomium region on varanada then you have the segments and lateral extension from each segment known as parapodia are present. Uh, anal region varumbam, there you have the anal cerci is present at that anal region. ഇങ്ങനെയാണ് കാണുന്നത് അപ്പൊ ഈ കാണുന്ന ഈ ഇതെല്ലാമാണ് അതിന്റെ പാരപ്പോഡിയാണ് വരുന്നത് so this is the parapodial structure parapodia എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡിയുടെ കാവിറ്റിയുടെ അവിടെ നിന്നാണ് റൈസ് ചെയ്യുന്നത് and you find numerous setae cilia പോലത്തെ ഹെയേഴ്സ് ആയിരിക്കും which is known as setae parapodia രണ്ട് സ്ട്രക്ചർ ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഒന്ന് റെസ്പിറേറ്ററി ഫംഗ്ഷനും ഒന്ന് ലോക്കോമോട്ടറി ഫംഗ്ഷനും ആണ് വരുന്നത് പാരപ്പോഡിയക്ക് Amphitrite is another example for polychaeta Chaetopterus Chaetopterus is a polychaete and all these parapodia parapodia all these polychaeta, they are found in tubes. അത് ട്യൂബ്സിലായിരിക്കും കാണുന്നത് മണ്ണിന്റെ അകത്ത് ട്യൂബ് ഉണ്ടാക്കും മണ്ണിന്റെ അകത്ത് ട്യൂബ് ഉണ്ടാക്കിയിട്ട് ആ ട്യൂബിന്റെ അകത്തായിരിക്കും ഈ ബോഡി ഈ ഒരു ഹെഡ് റീജിയൻ മാത്രമായിരിക്കും പുറത്ത് കാണുന്നത് ദിസ് ഇസ് ആംഫിട്രൈറ്റ് ആണ് ഇത് അത് എന്താ എല്ലാത്തിനും അവിടെ ടെൻഡക്കിൾസ് മൗത്ത് റീജിയന്റെ അവിടെ ടെൻഡക്കിൾസ് ഉണ്ട് ഫിൽറ്റർ ഫീഡേഴ്സ് ആണ് ഇതിൽ വരുന്ന മിക്കതും ഇതാണ് കീറ്റോപ്റ്റീറസ് ഇത് കീറ്റോപ്റ്റീറസ് അതിൻ്റെ ഹെഡ് റീജിയൻ ആണ് ഈ കാണുന്നത് അഡാപ്റ്റേഷൻസ് കൂടുതൽ കാണുന്നത് കീറ്റോപ്റ്റീറസിലാണ് ആൻറ്റീരിയർ റീജിയൻ അവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റമിന് ഒരു പുതിയൊരു മോഡിഫിക്കേഷൻസ് പോലെ കാണുന്നതാണ് ഫുഡ് കപ്പൊക്കെ ഉണ്ട് അത്രയും ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല And you have the uh, palolo worm. Uh, ഒരു മെച്യൂർ ആകും സെക്ഷലി സെക്ഷലി ഇമ്മച്യൂർ ഫോം ഉണ്ടാവും which is known as atokous ഈ അറ്റോക്കസിൽ ഏതെങ്കിലും ഒരു റീജിയൻ മെച്യൂർഡ് ആവും ആ മെച്യൂർഡ് ആവുന്ന റീജിയനെ നമ്മൾ എപ്പിടോക്കി എന്ന് പറയും ആ epitoky that region breaks off the pre um, that region breaks off from this attackers and uh, they start to swim and becomes a new uh, a new organism they start to lib, uh, liberate sperm as well as egg അപ്പോൾ ബാക്കിയുള്ള പോർഷൻ അറ്റോക്ക് എന്നാണ് ബാക്കിയുള്ള പോർഷൻ പറയുന്നത് they regenerate back the posterior form region എന്നിട്ട് അത് പിന്നെയും ഒരു aayittu മാറും ആ ഒരു regenerative process is seen within this organism ട്യൂബിലാണ് കാണുന്നതെന്ന് പറഞ്ഞ് and the move within the tube only only outside ആ ആൻറ്റീരിയർ പോർഷൻ മാത്രം പുറത്ത് കാണുള്ളൂ ഫിൽറ്റർ ഫീഡിങ് വഴിയാണ് ഫീഡ് ചെയ്യുന്ന ബാക്കി whole body that is within the tube itself class oligoketa oligoketa വരുമ്പോഴത്തേക്കും few only few cetae are present in class oligoketae they mostly live in soil fresh water and conspicuous body segmentation is found within oligoketes clitellum is present within oligochaeta എന്ന ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഏർത്വമാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് and they are f- fairly larger usually 12 to 30 centimeter long ആണ് പറയുന്നത് 150 to 250 segments are present and uh, different types ആണ് ഒലിഗോകീറ്റ്സ് വരുന്നത് അക്വാട്ടിക് ആവാം ഫ്രഷ് വാട്ടർ പിന്നെ ടെറസ്ട്രിയൽ ആണെങ്കിൽ കൂടി it requires a moist soil peristaltic movement is the movement by which earthworm moves but it contains setae in its body സീലോ മിസ് പ്രസന്റ് അതൊരു റിംഗ് വിത്ത് റിംഗ് ആണ് നമ്മൾ ഏർത്വം എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കണ്ട digestive system starts from anterior end to posterior end the feed on decayed organic matter നമുക്കറിയാം ഏർത്വം ഏർത്വം പറയുമ്പോഴത്തേക്കും അത് എല്ലാ ഡീക്കേയിങ് മാറ്റർ ആണ് ഫീഡ് അത് ഫുഡായിട്ട് എടുക്കുന്നത് and it consumes that at and it consumes that and uh, once it uh, consumes that uh, ഇപ്പൊ മണ്ണാണെങ്കിൽ മണ്ണത് കഴിച്ചു കഴിയുമ്പം അതിൻ്റെ അകത്ത് ഇതിൻ്റെ എൻസൈംസും അതിൻ്റെ മ്യൂക്കസ് എല്ലാം കൂടെ വന്നിട്ട് that P H that P H becomes alkaline അതുകൊണ്ടാണ് അത് നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യുന്നത് അത്രയും ആണ് നെഫ്രീഡിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് പറയുന്നത് അത്രയും ക്യാരക്ടേഴ്സ് ഉള്ളു പിന്നെ കൊക്കൂൺ കൊക്കൂൺ ഫോം ചെയ്യുന്നത് കൊക്കൂൺ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ during the time of breeding ബ്രീഡിങ്ങിന്റെ ടൈമിൽ ഞാൻ പറഞ്ഞു ഹേമഫ്രോഡൈറ്റ് ആണ് മെയിൽ ഏതാണ് ഫീമെയിൽ ഇല്ല അപ്പൊ രണ്ട് ഏർത്തും ടീനീസിൽ ഒരേപോലെ ഒരെണ്ണം ഹെഡി റീജിയനിലും ഒരെണ്ണം ടെയിലി റീജിയനിലായിട്ട് വരും എന്നിട്ട് അതിന്റെ രണ്ടിനെ clitella they come close to each other and they അത് രണ്ട് ക്ലൈറ്റെല്ലാം കൂടെ കവർ ചെയ്ത് ഒരു കൊക്കൂൺ പോലെ ഈ ക്ലൈറ്റലത്തിൽ നിന്ന് ഒരു സെക്രീഷൻ വന്നിട്ട് കവർ ചെയ്യും and it occurs during copulation time എന്നിട്ട് അതിൽ കോപ്പിൽ ഇത് കഴിയുമ്പം കോപ്പുലേഷൻ കഴിയുമ്പം both earthworms wriggle out and the cocoon remains as such അത് കവർ ചെയ്ത് നിൽക്കും എന്നിട്ട് ഈ കൊക്കൂൺ ഇത് റിഗിൾ ചെയ്ത് കഴിയുമ്പോൾ ആ സൈഡും കവേർഡ് ആകും സൈഡ് കവേർഡ് ആയിട്ട് within this cocoon within this cocoon the young one the young one matures ആ യങ് വൺ മെച്യൂർ ആവുന്നത് ആ കൊക്കൂണിലാണ് and once it becomes young it wriggles out of this cocoon അത് ബ്രേക്ക് ചെയ്ത് റിഗിൾ ചെയ്ത് വരും നമ്മളുടെ സാധാരണ കാണുന്ന എർത്ത് എങ്ങനെയാണ് കാണുന്നത് ദർ ഇറ്റ് ഫോംസ് കൊക്കൂൺ ആ കൊക്കൂൺ ഫോം ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ സ്പേം പാസ് ചെയ്യും എഗ്ഗും പാസ് ചെയ്ത് അവിടെ യങ് വൺ ആയി കഴിയുമ്പോഴാണ് അത് പുറത്തു വരുന്നത് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് പോളിക്കീറ്റ്സ് ആണ് കാണിക്കുന്നത് ഇഫക്ട്സ് പിന്നെ വരുന്നതാണ് ഹിറിഡീനിയ ഹിറിഡീനിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറെ സെഗ്മെന്റ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞ് ഓരോന്നിന്റെയും കാര്യം പറഞ്ഞപ്പം ഇവിടെ വരുമ്പം ബോഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീച്ചിന്റെ ബോഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ സെഗ്മെന്റ്സ് പോലെ കാണാൻ പറ്റും ഇങ്ങനെ ചുരുണ്ടി ഉരുണ്ടി ഉരുണ്ടിരിക്കും പക്ഷെ സെഗ്മെന്റ്സ് എക്സാക്ട് നമ്പർ ഉണ്ട് വിച്ച് ഇസ് തേർട്ടി ഫോറിന് ചില ബുക്സിൽ പറയും ചില ബുക്സിൽ തേർട്ടി ത്രീ പറയും നിങ്ങളുടെ ബുക്ക് പറയുന്നത് തേർട്ടി ഫോർ ആണ് so you go with thirty four അപ്പൊ അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിൽക്കുവാണ് തേർട്ടി ഫോറും തേർട്ടി ത്രീയും അപ്പോൾ സെഗ്മെന്റ് സെഗ്മെന്റിന്റെ നമ്പർ എക്സാക്റ്റ് ആണ് അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ടാക്സോണമിയുടെ ടൈമിൽ ക്ലാസിഫൈ ചെയ്യുന്നത് and it has suckers both on anterior and posterior side as well as clitellum is present there is no parapodia or setae present it is also hermaphrodite there is no larval stage ഇവിടെയും ഒരു സക്കർ ഉണ്ടാകും ഇവിടെയും ഒരു സക്കർ ഉണ്ടാകും ഈ ഒരു സക്കർ അറ്റാച്ച് ചെയ്യും ആന്റീരിയർ എൻഡ് അത് നമ്മളുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുമ്പം അവിടെ ഒരു മൂന്ന് ഒരു ടൂത്ത് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട് മൂന്നെണ്ണം വരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മളുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് യൂസ് ചെയ്ത് വരും അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ബ്ലഡ് അതിന്റെ ടീത്ത് ഫങ്ഷൻ ചെയ്യുമ്പോൾ വിട്ടുപോവില്ലേ അതിനു വേണ്ടി പോസ്റ്റീരിയർ എൻഡും കൂടെ അറ്റാച്ച് ചെയ്ത് പിടിക്കും പോസ്റ്റീരിയർ എൻഡ് അറ്റാച്ച് ചെയ്ത് പിടിച്ചിട്ട് ആന്റീരിയർ എൻഡ് വെച്ചിട്ട് ഇത് സക്ക് ചെയ്യും ഇനി സക്ക് ചെയ്ത് കഴിയുമ്പം ഇത് വിട്ട് കഴിയുമ്പം ഈ പോസ്റ്റീരിയർ എൻഡും ഓട്ടോമാറ്റിക്കലി അത് വിട്ടുപോരും സാങ്ക്യുവോറസ് ആണ് it sucks blood it sucks blood it is sanguivorous and it contains the compound hirudin in its saliva സലൈവയിൽ കാണുന്നത് ഹിറിഡിൻ ആണ് and this hirudin is an anticoagulant it's an anticoagulant and so you won't feel അത് വന്ന് നമ്മളിങ്ങനെ കടിക്കുന്ന ടൈം നമുക്ക് അറിയാൻ പറ്റില്ല അത് അറ്റാച്ച് ചെയ്യുന്നത് ആ ആൻറ്റീരിയ സക്കർ വെച്ച് അറ്റാച്ച് ചെയ്യും ഹിറിഡിൻ വരും ഇനി ഇത് ലീച്ച് പോയി കഴിയുമ്പോൾ ഹിറിഡിൻ ഉള്ളതുകൊണ്ട് ആൻറ്റി ക്വാഗ്ലൻ്റ് ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല ബ്ലഡ് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും ഊസ് ഔട്ട് ചെയ്ത് കൊണ്ടിരിക്കുമ്പം ആ ബ്ലഡ് അവിടെയൊക്കെ വീഴുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ലീച്ച് വന്നിട്ടുണ്ടായിരുന്നെന്ന് മനസ്സിലാവുന്നത് ഇറ്റ് ഹാസ് ആന്റീരിയർ എൻഡിൽ സലൈവറി ഗ്ലാൻഡ് ഉണ്ട് ഈ സലൈവറി ഗ്ലാൻഡിലാണ് ഹിറിഡിൻ നമ്മൾ കാണുന്നത് and it has a well developed intestine where it stores where it stores blood within the crop low and locomotion is with the help of these suckers ഒരു സക്കർ ഒരു സൈഡിലോട്ട് അറ്റാച്ച് ചെയ്ത് വേറെ uh, ഒരു സക്കർ ഫ്രീ ആയിട്ട് ആന്റീരിയർ സക്കർ ഒരു സൈഡിലോട്ട് അറ്റാച്ച് ചെയ്യും പോസ്റ്റീരിയർ സക്കർ ഒരു സൈഡിലോട്ട് അറ്റാച്ച് ചെയ്യും ആന്റീരിയർ സക്കർ അവിടുന്ന് ഫ്രീ ആക്കി ആന്റീരിയർ സക്കർ ഒരു സൈഡിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ പിന്നെ ഈ പോസ്റ്റീരിയർ സക്കർ എടുത്ത് മുൻപേ വെക്കും അങ്ങനെ അങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത് and it has clitellum it produces cocoon and within the cocoon you will find the organism within the cocoon there lays its egg അവിടുന്ന് ലാർവ പുറത്തേക്ക് വരും it's the same case it's the same case as of നമ്മൾ ഏർത്തോമിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിന്റെയും case arthropoda arthropoda that's a largest class അത് that's a largest uh, phylum that's the largest phylum under which comes insects insects തന്നെ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസെക്ട്സ് അതെ ഇൻസെക്ട്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രാബ് പ്രോൺ ഇതെല്ലാം വരുന്നത് ആർത്രോപോഡയിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ലാർജസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ largest phylum that is mainly based on arthropoda എന്ന് പറയുന്ന വാക്ക് തന്നെ when the appendages are segmented When the appendages are segmented, it is classified under arthropoda അതാണ് ബേസിക് ക്യാരക്ടറായിട്ട് ആർത്രോപോഡയിൽ വരുന്നത് പിന്നെ വരുന്നത് cuticle cuticle is present which is chitinous cuticle chitin കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു എക്സോസ്കെലിറ്റൻ ആണ് കാണുന്നത് and this exoskeleton has to be shed at periodic intervals the exoskeleton is shed And the process of shedding this exoskeleton is known as molting. And uh, this exoskeleton, this exoskeleton is secreted by the underlying epidermal layer. The underlying epidermal layer secretes this cuticle. The cuticle is generally thick and rigid അപ്പം ഒരു നമുക്ക് കാണാം ഇതിന്റെ തോട് വീണ് കിടക്കുന്നത് വെള്ളത്തിലൊക്കെ തോട് കിടക്കുന്ന കാണാം അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യും കാരണം ആ എപ്പിഡേർമൽ ലെയർ ആ ഫാറ്റി കോമ്പസിഷൻ ഉണ്ട് എപ്പിഡേർമൽ കൈറ്റിനിൽ വരുന്ന ആ എക്സോസ്കെലിറ്റനിൽ കാണുന്ന fatty layer that makes it float on surface of water and the cuticle ക്യൂട്ടിക്കലിന്റെ ആ dorsal side that is known as tergum ventral side sternum എന്നാണ് പറയുന്നത് and the lateral sides you have the pleura പ്ലൂറയാണ് ലാറ്ററൽ സൈഡ്സിൽ ക്യൂട്ടിക്കിളിന് പറയുന്നത് ടോപ്പിൽ കാണുന്നതിന് ടേഗം താഴെയുള്ളത് പ്ലൂറോൺ ടോപ്പ് ടേഗം താഴെയുള്ളത് പ്ലൂറോൺ അതിൻ്റെ ലാറ്ററൽ സൈഡ്സിലും അറ്റാച്ച് ചെയ്ത് ടേഗം സ്റ്റേർണം പ്ലൂറോൺ ലാറ്ററൽ സൈഡിൽ പ്ലൂറോൺ ആണ് കാണുന്നത് അതിൻ്റെ ലാറ്ററൽ സൈഡിലും ക്യൂട്ടിക്കിൾ ഉണ്ടാകും ലാറ്ററൽ സൈഡിൽ വരുന്ന ക്യൂട്ടിക്കിൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ടായിരിക്കും കാണുന്നത് And uh, uh, actually segmentation is present, but when you see a cuticle, you're not able to see the segmentation. Segmentation നമ്മളൊന്നും കാണുന്നില്ല ഒരു ക്യൂട്ടിക്കിൾ കാണുമ്പം ഒറ്റൊരു ഇപ്പം വണ്ടിന്റെ ഒക്കെ ഒരു തോട് പോലെ കാണുമ്പോഴത്തേക്കും ഒറ്റൊരു സെഗ്മെന്റ് പോലെയാണ് കാണുന്നത് പക്ഷെ within its body within its body that segmentation is the and that segmentation is visible if you take prawn എടുക്കുന്ന ടൈമിൽ അതിൻ്റെ അപ്പൻഡേജസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര സെഗ്മെന്റ്സ് ബോഡിയിലുണ്ട് അത്രയും സെഗ്മെന്റ്സ് അപ്പൻഡേജസ് ആർ പ്രസന്റ് ഇനി ചില കേസസ് വരുമ്പോഴത്തേക്കും ക്യൂട്ടിക്കൾ ക്യൂട്ടിക്കിൾ കുറച്ച് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് ലൈറ്റ് ആയിട്ട് നിൽക്കും to give an endoskeletal structure and this endoskeletal structure is known as apodeme The integument in arthropods has an epidermal layer that uh, which rests on the basement membrane. The epiderm secretes the cuticle and this cuticle is what you find. നമ്മൾ അതിന്റെ ആ എപ്പിഡർമൽ ലെയർ ഒന്നും കാണുന്നേ ഇല്ല and it is chitin protein complex and the colour of arthropod is due to deposition of brown, yellow, orange, and red melanin pigments within the cuticle that depends on the organism. And uh, cuticle becomes hard because of the process of tanning or sclerotization. ആ ഒരു പ്രോസസ്സ് നടക്കുമ്പം ആണ് ഈ chitin protein chitin protein sclerotization results in hardening of the cuticle molting or ecdysis is shedding of this cuticle and ecdysis is the hormonally controlled process അത് എക്ഡൈസോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് moulting or ecdysis And uh, the major body space within arthropod is known as hemocoel. Coelom and the coelom is filled with uh, circulatory fluid. The uh, haemo അതുകൊണ്ടാണ് അതിനെ ഹീമോസീൽ എന്നാണ് പറയുന്നത് ബ്ലഡ് ഫില്ല് ചെയ്ത സീലോമിക് സ്പേസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഹീമോസീൽ എന്ന് പറയും and plasma contains haemoglobin or haemocyanin which is the respiratory pigment excretion excretion within arthropods excretion within arthropods is carried out by Malpighian tubules അതാണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആയിട്ട് പറയുന്നത് which is blind tubular elongation gut റീജിയനിൽ നമ്മൾ കാണുന്ന കുറച്ച് എക്സ്റ്റെൻഷൻസ് ആയിട്ടാണ് നമ്മൾക്ക് ഗട്ട് റീജിയനിൽ എക്സ്റ്റെൻഷൻസ് ആയിട്ടാണ് മാൽപീ ഇവിടെ കണ്ട എക്സ്റ്റെൻഷൻസ് ആയിട്ടാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് കാണാൻ പറ്റുന്നത് അവിടുന്ന് uh, സ്മോൾ മിഡ്ഗട്ട് കഴിയുന്ന ആ റീജിയനിലാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് കാണുന്നത് and you have coxal glands coxal glands green glands എന്നൊക്കെ പറഞ്ഞാൽ those are also excretory glands antennary glands maxillary glands എന്ന് പറയും which is simultaneous you can call it as excretory glands excretory function അത് ചെയ്യുന്നത് arthropod digestive tract is generally divided into three it is divided into three part gut എന്നാണ് പറയുന്നത് ഗട്ട് മിഡ് ഗട്ട് ഹൈൻഗട്ട് എന്നാണ് പറയുന്നത് നമ്മൾ സെയിം സ്ട്രക്ചർ ആണ് വരുന്നത് ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത് സ്റ്റമക്കിൽ വരുമ്പോൾ പ്രോവെൻട്രിക്കുലേഴ്സ് ആണ് അവിടെ കാണുന്നത് ഗിസേർഡ് എന്നാണ് ക്രോപ്പ് ഗിസേർഡ് എന്നൊക്കെയാണ് ക്രോപ്പ് എന്നാണ് നമ്മൾ അതിന്റെ സ്റ്റമക് റീജിയൻ പറയുന്നത് ഇപ്പൊ ചെറിയ ചേഞ്ചസ് ആണ് ഡൈജസ്റ്റീവ് സിസ്റ്റം വരുമ്പോഴത്തേക്കും കാണുന്നത് സ്റ്റൊമോഡിയം പ്രോക്ടോഡിയം ഹൈൻഗട്ടിന്റെ പേര് പ്രോക്ടോഡിയം എന്നാണ് ഫോഗട്ടിന്റെ പേര് സ്റ്റൊമോഡിയം ആണ് ഇത് രണ്ടും extension of the cuticula layer ആണ് that is made out of chitin as middle enteron the mesenteron is endodermal in origin and origin glands hepatopancreas hepatic caeca are present that aid in digestion. And nerve system ആർത്രോപോഡയിലും അനലിഡയുടെയും സെയിം ആണ് വരുന്നത് ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് supra oesophageal ganglion sub oesophageal ganglion ഉണ്ട് സർക്കം ഈസോഫാഗിയൽ ഗാംഗ്ലിയോൺ ഉണ്ട് then you have the ventral nerve cord and sensory system എന്ന് പറയാൻ sensilla sensilla these are the sensory system that is found in few organisms And uh, you have omatidia uh, which is uh, compound eyes. ഇതാണ് നെർവ് സിസ്റ്റം ഗ്രാസ് ഓപ്പറിന്റെ നെർവ് സിസ്റ്റം വരുന്നത് അവിടെ ഞാൻ പറഞ്ഞ പോലെ സബ് സബീസോഫാഗിയൽ ഉണ്ട് പിന്നെ വരുമ്പം അതിന് തൊറാസിക് റീജിയനിൽ മൂന്ന് ഗ്യാംഗ്ലിയ ഉണ്ട് അതിന്റെ അബ്ഡോമിനൽ സെഗ്മെന്റ്സിൽ six ganglia are present. That's a basic plan that you find in any organism. ഇത് ഒമാറ്റീഡിയാണ് അതിൻ്റെ കോമ്പൗണ്ട് ഐസ് ആണ് കോമ്പൗണ്ട് ഐസിൽ ഐ സ്ട്രക്ചർ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല ദാറ്റ്സ് കോമ്പൗണ്ട് ഐ ആണ് മൊസൈക്ക് വിഷൻ ആണ് ഓരോ ഐയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഫങ്ഷൻ ചെയ്യാൻ പറ്റും ഓരോന്നിനും ഒറ്റൊരു സിംഗിൾ ഐ ആയിട്ടും വിഷൻ വരാറുണ്ട് രണ്ട് ടൈപ്പാണ് വിഷൻ വരുന്നത് and uh, this is uh, book lung. Book lung is the respiratory organ. Book lung is the respiratory organ that you find in spiders. Spiders like another book lungs ആണ് അതിന്റെ respiratory organ arthropods are dioecious രണ്ട് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ് ആൻഡ് ഇൻസ്റ്റാസ് ആയിട്ടാണ് ലാവൽ സ്റ്റേജസിന് നമ്മൾ പറയുന്നത് സെയിം ഇൻസ്റ്റാസ് എന്ന് പറയുന്നത് അഡൽട്ടിനെ പോലെ തന്നെ നിൽക്കും larval stages the only thing is they are smaller in size and arthropoda this includes crustaceans prawn lobster crab scorpion spiders ticks mites bugs beetles moth grasshopper butterflies houseflies mosquitoes അപ്പൊ തന്നെ നമുക്കറിയാം enormous number enormous number of them are present so present. So this phylum Arthropoda, it is divided into few subphyla. Subphyla ആയിട്ട് നമുക്കതിന് ഡിവൈഡ് ചെയ്യാം subphylum Trilobitomorpha subphylum Chelicerata subphylum Crustacea subphylum Uniramia ക്രസ്റ്റേഷ്യൻസിൽ വരുന്നത് എല്ലാം കൂടുതലും നമ്മളുടെ ലോബ്സ്റ്റേഴ്സ് അങ്ങനെ പ്രോൺസ് ഒക്കെയാണ് ക്രസ്റ്റേഷ്യയിൽ വരുന്നത് യൂണിറാമിയയിൽ വരുന്നത് ഇൻസെക്ട്സ് ആണ് യൂണിറാമയിൽ വരുന്നത് കെലിസറേറ്റയിൽ വരുന്നത് those that possess chelicera so it is divided into four subphyla ഇനി ഓരോ സബ് ഫൈലയിലും വരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം Trilobitomorpha consists of only extinct forms with no living representative forms Chelicerata വരുന്നത് ടിക്സ് മൈറ്റ്സ് ഹോർഷു ക്രാബ് അതാണ് വരുന്നത് ക്രസ്റ്റേഷ്യയില് എല്ലാം വരും യൂണറാമിയ സെന്റിപീഡ്സ് മില്ലിപീഡ്സ് ഇൻസെക്ട്സ് ഒക്കെയാണ് അതിൽ വരുന്നത് subphylum Trilobitomorpha includes trilobites trilobites ആണ് കൂടുതൽ വരുന്നത് all species all species are considered extinct forms fossils ആണ് ഈ ഗ്രൂപ്പിൽ വരുന്നത് body was divided into three lobes ആയിട്ടാണ് ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് they have a distinct head ഉണ്ട് ഒരു തൊറാക്സ് ഉണ്ട് ഒരു ചെറിയൊരു abdominal region was present appendages were biramous എല്ലാം ഒരു അപ്പൻഡേജ് വന്നിട്ട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ബൈറാമസ് അപ്പൻഡേജസ് എന്ന് പറയുന്നത് they included burrowing forms mostly burrowing forms crawling and planktonic and swimming forms were present in tri trilobitomorpha. And uh, subphylum Chelicerator subphylum ട്രയലോപ്റ്റം ഓഫ് എല്ലാം എക്സ്റ്റിങ് ഫോംസ് ആയതുകൊണ്ട് തന്നെ അതിൽ എക്സാമ്പിൾസ് ഒന്നും പഠിക്കാൻ വരുന്നില്ല പിന്നെ വരുന്ന സബ് ഫൈലം കെലിസറേറ്റ് എന്ന subphylum Chelicerata it includes three classes Merostomata ഉണ്ട് Arachnida which includes the spiders and Pycnogonida which includes the nymphons ഒക്കെ വരുന്നത് പൈറ്റ്നോഗോണിഡയിലാണ് വരുന്നത് Chelicerata the body is divided divided two two parts, cephalothorax or prosoma and the abdomen or opisthosoma ബോഡിയുടെ സെഫാലിക് റീജിയനും തൊറാസിക് റീജിയനും രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് സെഫാലോ തൊറാക്സ് ആയിട്ട് മാറും നമ്മളുടെ പ്രോണ് പ്രോൺ നമ്മൾ തല കളയണമെന്ന് പറയില്ലേ ആ തല കളയണമെന്ന് പറയുന്നതാണ് സെഫാലോ തൊറാസിക് റീജിയൻ പിന്നെ അതിന്റെ അബ്ഡോമനിലാണ് പിന്നെ കാണുന്നത് അപ്പൊ അത് ഒപ്പിസ്തോസോമ ആയിട്ട് പറയും ആ ഹെഡ് റീജിയനെ നമ്മൾ സെഫാലോ തൊറാക്സ് റീജിയൻ ആയിട്ട് പറയും and Calicerator, uh, here antennae are absent in Calicerator. Calicerator അല്ല വരുന്നത് പ്രോൺ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് സെഫാലോതൊറാക്സ് വരുന്നതെന്ന് so here body is divided into cephalothorax and Uh, the or the prosoma and posterior abdomen or opisthosoma The first pair of appendage are known as chelicerae, which are food capturing structures. Food capturing structures are And the second pair of appendages are known as pedipalpae, which have various functions. Pedipalpae. The cephalothoracic region has four walking pair, uh, walking legs. Four pairs of walking legs are seen. ആദ്യത്തത് chelicerae second one is pedipalps പിന്നെ വരുന്ന നാലെണ്ണം വാക്കിംഗ് ലെഗ്സ് ആയിട്ടാണ് കെലിസറേറ്റയിൽ പറയുന്നത് so they have six pairs of appendages And subphylum Chelicerata includes three classes, Merostomata, Arachnida, and Pycnogonida. Merostomata, uh, these are aquatic chelicerates in which five or six pairs of abdominal appendages are modified into gills for respiration. And at the end of the body, there is a spike, or telson. telson. Telson പറഞ്ഞ അറ്റത്ത് കാണാം അത് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഹോസ് ഷൂ ക്രാബാണ് എന്താണ് ഹോസ് ഷൂ ക്രാബ് അതിന്റെ ഈ അറ്റമാണ് ടെൽസൺ ആയിട്ട് പറഞ്ഞു പോകുന്നത് വിച്ച് ഇസ് ഇറ്റ്സ് അബ്ഡോമൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് വരുന്നത് ഓക്കെ ബാക്കി ഇതെല്ലാം അതിന്റെ സെഫാലോ തൊറാസിക് റീജിയനിൽ സെഗ്മെന്റ്സ് കവർ ചെയ്ത് ഇങ്ങനെ ഒരു കവറിങ് കാണും ഇതാണ് horseshoe crab or Limulus Limulus it is a living fossil ആയിട്ടാണ് നമ്മൾ പറയുന്നത് living fossil has not made much changes അതിന് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് so you it's an important one it's an important one And this group includes two subclasses, Cyphers Ura and Euryptida, which is uh, the Euryptida is extinct now, and Cyphers Ura you have the horseshoe crab. അപ്പം ഇത് പറയുമ്പോഴത്തേക്കും ഫൈലം പറയണം സബ് ഫൈലം പറയണം ക്ലാസ് പറയണം സബ് ക്ലാസ് പറയണം എന്നിട്ടാണ് നമ്മൾ ജീനസും സ്പീഷീസും പറയുന്നത് okay And Cyphoseura, Cyphoseura are known to exist from Cambrian period and most of the species have become extinct and the living fossil which is limulus is present it is dark brown in color and it has blue colored blood that's a peculiarity of cyphoseura the cephalothorax is covered by means of shield or horseshoe-shaped convex uh, exoskeletal plate which is called carapace. Carapace എന്നാണ് ആ സെഫാലോതൊറാക്സിനെ കവർ ചെയ്യുന്ന പ്ലേറ്റിന് പറയുന്നത് and it protects the ventral സൈഡിൽ അതിന്റെ അപ്പൻഡേജസ് ഫ്രീ ആയിരിക്കും ഡോസൽ uh, സൈഡിലാണ് ഈ കാരപ്പേസ് വരുന്നത് head bears a pair of compound eyes a pair of simple medium eyes the prosoma bears a pair of chelicerae അത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് അപ്പൻഡേജ് കെലസറയാണ് and then it has five other legs which are known as walking legs ഇത് തൊറാസിക് റീജിയൻ സെഫാലോ തൊറാസിക് റീജിയനിൽ കാണുന്നതാണ് and the opisthosoma opisthosoma or the abdomen bears six pairs of appendages opisthosoma that is unsegmented ആയിട്ടാണ് കാണുന്നത് they you have six appendages ഇവിടെ നോക്കിയാൽ കാണാം ഇത്രയുമാണ് അതിൻ്റെ സെഫാലോതൊറാസിക് റീജിയനിലെ അപ്പൻഡേജസ് ആയിട്ട് വരുന്നത് ബാക്കിയുള്ള ഈ six pairs of appendages that's it's abdomen and abdomen ends in a telson ഇത് അതിൻ്റെ വെൻട്രൽ സൈഡ് ഡോസൽ സൈഡിൽ ഇങ്ങനെ പ്ലേറ്റഡ് സ്ട്രക്ചർ ആയിട്ടായിരിക്കും കാണുന്നത് the first pair of appendage of the appendages on the abdomen that bears two genital pores. The other five pairs are modified as gills. Each gill has about 150 leaf-like folds or lamellae and they form what is the structure which is known as book gills. Horseshoe crabs are omnivorous. They feed on whatever they get. Excretion is by means of coxal glands and uh, brain. Brain is the same. The thing is it's fused by several ganglia first seven segments fuse together for, to form the brain. Abdomen has five ganglia, sexes are separate, and female limulus lays about 2,000 to 30,000 eggs. Uh, it includes a trilobite larval stage. Sexual maturity is reached after three years or more, and lifespan is around 19 years. And they have been on Earth more than 200 million years ago, and there is no much change within the Limulus species അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഒരു ഫോസിൽ ലിവിങ് ഫോസിൽ ആയിട്ട് നമ്മൾ അതിനെ പറഞ്ഞു പോകുന്നത് ഓക്കെ അപ്പോൾ വിത്ത് ദിസ് ഒരു മണിയായി we need to end it will continue next